regarding appointment. Appointment of vice chancellor, appointment of uh, some other uh, associate professor or something like that. Everything is going on beyond, that is, you know, against rules. So he told, I'm talking about administration because there are UGC norms. If you violate UGC norms, how you, survive, you can survive as a university? all universities are supposed to run as per the UGC norm, but we are not. We are, you know, something, you know, we are living in some other world. Okay. So what I mean, everywhere political pressure. I don't want to, you know, tell all these things. But the only qualification is that, you know, is somebody's wife or somebody's, uh, you know, sister or something like that. that is not a qualification. But remember, if he or she is having adequate qualification against that post, he can apply. She can apply. No problem. Adequate. But here it is not there. That is the thing. Here it is not at all there. And uh, and uh, here, Kaladi, you know who are the people. Okay, I don't want to tell by name because it's a recorded message. But I'm telling today, newspaper is it. It is an open secret, you know. Then appointment of Vice Chancellor in Kannur University. It is against the Chancellor's wishes, political uh, basis. And appointment of, again, Kaladi University. There are many, many other things also he pointed out. And the greatest uh, tragedy, you know, the, was that even Kalamandalam, what is Kalamandalam? Established by വള്ളത്തോൾ നാരായണമേനോൻ കഥകളി മോഹിനിയാട്ടം ഒക്കെ എല്ലാ ആർട്സും ഇന്റർനാഷണൽ റിനൗണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണത് കേട്ടോ അവിടെ എന്താ പഠിപ്പിക്കുന്നത് നമ്മുടെ ഇതല്ലേ കലയിലെ പഠിപ്പിക്കുന്നത് അപ്പൊ ആരായിരിക്കണം വൈശാഖൻ തള്ളറ അതേമാതിരിയുള്ള കഴിവുള്ള ആർട്ടിലും കൾച്ചറിലും നല്ല നൈപുണ്യം ചോദിച്ചാൽ നല്ല നല്ല ഇതും അതിന് സംഭാവന ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം അവിടെ അവിടെ കാരണം സ്പെഷ്യൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഇതാണ് അവിടെ അപ്പൊ അത്തരത്തിലുള്ള ആയിരിക്കണം അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ ഇവരെ അപ്പോലി മദ്രാസ് മദ്രാസിൽ നമ്മുടെ സുബ്ബലക്ഷ്മി അല്ല നമ്മുടെ പത്മ പത്മാസുബ്രഹ്മണ്യം ഒരാളൊന്നും ചോദിക്കില്ലല്ലോ ആള് മദ്രാസ് ആയിക്കോട്ടെ താന്ത്രികോട്ടെ ആയിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ ഒരാളൊന്നും ചോദിക്കില്ല പത്മാസുബ്രഹ്മണ്യം പറഞ്ഞ അത്ര അഗ്രഗണ്യന്മാരാണ് അതിൽ ആരും ചോദിക്കില്ല അപ്പൊ അവിടെ തമിഴ്നാടാണോ മറ്റേ അങ്ങനെ അവിടെ പോയിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്തു അത് ഗവർണറെ അപ്രൂവ് ചെയ്തില്ല രണ്ടോ ക്വസ്റ്റ്യൻ അറേ ചെയ്തു the first time in the history of Kerala fellow code with the support of party against the governor of Kerala extremely bad okay ഈ cannot go to a constitutionally a constitutional head of the state in the court. He will not succeed also. Please remember that. He will not he will not succeed also in the courts. Because constitution is there for each and every university. Eligibility to become vice chancellor. And as a chancellor, he has to see that. And this man was not having, so he was not given appointment or whatever is there. So this fellow approached High Court against the governor. So here, what is the problem? If you see the today's newspaper, here what is the problem? Our chief minister never used to open his mouth. Silent. What is silence? Silence means you know indirect uh, your approval. You you are keeping mum. Never opens his mouth. You know, whenever so whether Mulla Periyar Dam or whatever is there, he never opens his mouth. He opens only in area meeting, committee meeting or some other meeting very dangerous way it is going actually you know very dangerous way it is uh, going and uh, you know he has to interfere in this type of things when state is facing a lot of problems you see the mullaperia even his own uh, party people are telling like mm it is very very dangerous and he never he is telling that uh, <laughs> everything is safe okay i don't want to make any comments about that because nothing I, uh, good about uh, I don't want to waste my time. So the governor has written a letter, an extraordinary letter, first time in the history of Kerala, and directly addressed to the chief minister and directly asking the chief minister, take over chancellorship from me. Make a bring a audience ordinance. I will sign. All the powers you take from me and appoint whoever you want. I have no objection. I will not come in the way what else you would shame. It is really a shame, inverted comma. of impression Kerala will have outside the stage. Just imagine. Many universities are centrally funded, uh, the programs are there. Okay? Not as a political party. See, who are, whether political who, who is qualified and other thing. Now, here situation is that we our uh, chief secretary is uh, not having any power. The other one, uh, matriculate uh, person is have, having more power than a chief secretary. You know who is chief secretary? The top most bureaucrat in the state. Top most bureaucrat in the center is a cabinet secretary. But here V.B. Joy or something, he doesn't have any power. Only a rubber stamp. Cabinet is a rubber stamp. Secretaries are a rubber stamp how many court judgments, especially the Devan Ramachandran, court judgments, unto his court judgment. Home Secretary is not bothered because their only intention to please the political bar. Let them do. Okay? We are not concerned. This is not administration. This is something else. Okay. Now, uh, uh okay. You are responsible to the society to for whom you are ruling the state. Now, our uh, governor has asked one question, beautiful question. You should understand, you are all learners. ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം ഞങ്ങൾ എന്തിനാ കാരണം നിങ്ങൾക്കും ഇതേമാതിരി ഓരോ ചിലപ്പോൾ ഉണ്ടാവും നമുക്ക് ആരോട് എതിരിട്ടല്ല പറയാം പക്ഷേ എനിക്കറിയാലോ ഇവിടെ കാരണം എന്താ വെച്ചാൽ see he has one question what is the status of higher എഡ്യൂക്കേഷനെ കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ഈ ആരെങ്കിലും അയാൾ ചോദിക്കുന്നത് പുറത്തു പോയിട്ട് ഗ്രേറ്റ് സയന്റിസ്റ്റോ എഞ്ചിനീയറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മലയാളീസ് അത് പുറത്തു പോയതിനു ശേഷമാണ് നിങ്ങളുടെ ഇവിടുന്നല്ല നമ്മുടെ യൂണിവേഴ്സിറ്റി അതിനു വേണ്ട ഒരു ഇതും ചെയ്തു കൊടുക്കുന്നില്ല അപ്പൊ നിങ്ങൾ എന്താ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് ആരാ ചോദിക്കണം രാജ്യം ഗുരുക്കൾ എന്താണ് അറിയല്ലോ ക്വാളിഫിക്കേഷന്റെ ആള് വൈസ് ചാൻസലറായിരുന്നു പക്ഷെ qualification is not counted you know you should have additional qualification you know what I want to say all this ഇനി very well all this Cochin university everything they are all having it is you know is done this this party that that vice chancellor for this party that you know sharing of uh, vice chancellorship to various parties. Shameless people. Because you keep anybody, whether your son, whether your father, whether your daughter, if you are academically brilliant by fulfilling the UGC norms, no problem. Nobody will ask. But problem comes when uh, other way it is happening. So today's newspaper, which is self-explanatory, kindly read the newspaper today. Okay. അതും അഡ്മിനിസ്ട്രേഷൻ ആണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ ചാൻസലറുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലേ എല്ലാ യൂണിവേഴ്സിറ്റി ഭരിക്കണ്ടേ medical university engineering university state other university പതിമൂന്ന് പതിനാല് യൂണിവേഴ്സിറ്റി ഉണ്ട് അതിന്റെയൊക്കെ ചാൻസലറാണ് അയാളാണ് പല നമ്മുടെ ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞു താൻ ഓടിച്ചോളൂന്ന് ഇത് ഞാൻ കേട്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ കേട്ടില്ല ഇതിലും മീതൊരു നാണക്കേട് എന്താ കാരണം എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടില്ല ഇത് കാരണം ഇത്രയധികം സെറ്റ് അതിൽ പോയിന്റ് വായി അയാൾ കൊടുക്കുന്ന ഓരോന്ന് ഓരോന്ന് പോയിന്റ് ആ അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ പേരിൽ കോടതിയിൽ കേസ് കൊടുത്തപ്പോ ആ കേസ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അയാളെ പെർsuade ചെയ്തില്ല ചെയ്തില്ല എന്ന് വെച്ചാൽ indirectly they were giving support to that man to fight in the court against the governor so he was unhappy in that Okay, but, but that's all. Now, HR, so I'm telling these are all administration. Administration means, you know, No, I, with uh, one more example, I am just concluding. This is called administration. First of all, you have to plan your priorities. First of all, you have to plan your priorities. And don't say that. I used to hear from many, many uh, leaders that I don't have time, I don't have time, I don't have time. Why don't you understand one thing? മുകേഷ് അംബാനിക്കും പ്ര- നമ്മുടെ പ്രധാനമന്ത്രി മ- നരേന്ദ്രമോദിക്കും എല്ലാ രത്തൻ ടാട്ടയ്ക്കും എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ time is a equal opportunity ruler how to utilise that time effectively that is your ability not utilise prioritise what do do first first, second and should must must, should എനിക്ക് ടൈമില്ല സമയം കിട്ടുന്നില്ല പിന്നെ ഇപ്പോഴും സമയം കിട്ടുക സമയം കണ്ടെത്തണം സമയം കണ്ടെത്തണം മോഡി നമ്മുടെ പ്രധാനമന്ത്രി യുനോ ആണ് busiest person in the world അയാളെങ്ങനെ പിള്ളി പറഞ്ഞു എനിക്ക് സമയം കിട്ടുന്നില്ലെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോഡി മോഡി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നെവർ നോ പ്രൈം മിനിസ്റ്റർ നമ്മുടെ നെഹ്റുള്ള സമയത്തും പതിനേഴ് കൊല്ലം പ്രധാനമന്ത്രി അയാൾ പറഞ്ഞിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിസിയസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് നമ്മുടെ ഇന്ത്യയുടെ അയാൾ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മുടെ ലേണേഴ്സ് കേൾക്കാം ചിലപ്പോൾ സമയം കിട്ടുന്നില്ല സാറേ അങ്ങനെയാണ് സാറേ ഇങ്ങനെയാണ് സാറേ എന്ത് സമയം കിട്ടുന്നില്ല അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ അല്ലേ പഠിച്ചത് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇതേ സാഹചര്യത്തിലല്ലേ ഞങ്ങളൊക്കെ പഠിച്ചത് അപ്പോ നിങ്ങൾക്ക് വേണ്ടി സമയം ഉണ്ടാവില്ല time and tide wait for none കടലിലെ തിരമാലയും സമയവും ആരെയും കാത്തിരിക്കില്ല ടൈം ഈസ് എൻ ഈക്വൽ കുചേലനും കുബേരനും ഒരേ സമയമാണ് one time is running backward not forward നിങ്ങൾ ശരിക്കും അങ്ങനെയല്ല അഞ്ച് പത്ത് അഞ്ച് പതിനഞ്ച് അഞ്ച് ഇരുപത് അതല്ല അതല്ല ടൈം ഈസ് റണ്ണിങ് ബാക്ക്വേഡ് പറഞ്ഞാൽ ഇപ്പോ പത്തര മണി എന്ന് പറഞ്ഞാൽ പത്തര ഇന്ന് പത്ത് മുപ്പത്തഞ്ച് ഇനി എന്തെങ്കിലും ജീവിതത്തിൽ പത്തര ഉണ്ടാവോ ഈ ജീവിതം എന്നെങ്കിലും പത്തര പറഞ്ഞാൽ ഈ ഡേറ്റിന് ഈ ഡേറ്റ് കിട്ടും ഈ സമയം കിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നെങ്കിലും നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പേ ഇന്ന ഈ ഡേറ്റും അതേമാതിരി വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ച എന്തായിക്കോട്ടെ പത്തര അത് പതിനൊന്ന് പത്തര കഴിഞ്ഞിട്ട് പത്തേ മുക്കാലായി വിചാരിക്കുക അല്ലെങ്കിൽ പത്ത് പത്ത് മുപ്പത്തൊന്ന് ഈ ഒരു മിനിറ്റ് എന്തെങ്കിലും കിട്ടുമായിരിക്കും പത്തര എന്ന് പറഞ്ഞ എന്തെങ്കിലും ജീവിതത്തിൽ കിട്ടുമോ അപ്പൊ അതുകൊണ്ട് പ്രിയോറിറ്റൈസ് ദ തിങ് ആൻഡ് ഏതാണ് നമുക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ സമയം അതായത് ഇല്ല എന്നല്ല സമയം ഉണ്ടാക്കണം അത് കണ്ടെത്തണം അപ്പൊ അതിൽ നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്യണം ഇനി ഞാൻ വൺ മോർ എക്സാമ്പിൾ ആയി ജസ്റ്റ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഇതൊക്കെ അഡ്മിനിസ്ട്രേഷനിൽ പെടുന്നതാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളൊക്കെ എത്രയോ എത്രയോ ഇത്തരത്തിലുള്ള ഹാൻഡിൽ ചെയ്തതിന്റെ പരിണാമ ഫലമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങൾക്കൊക്കെ പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഇവിടുന്ന് ഒരു പ്രചോദനം കിട്ടുന്നില്ല എന്നും പഠിക്കണ്ട ഇതാ ഇന്ന് നടക്കാൻ പോകുന്ന സംഭവം അതിന്റെ മുമ്പേ രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പേ വർത്തമാനം പറയട്ടെ നമ്മുടെ ഹെലികോപ്റ്റർ ആക്സിഡന്റില് ബിപിൻ റാവത്തും വളരെ ട്രാജഡി നടന്നു ഊട്ടിയില് അനവധി ആളുകൾ മരിച്ചു പതിമൂന്നോ ആളുകൾ മരിച്ചു അഗാധമായ ദുഃഖം ഉണ്ട് വളരെ ആയിട്ടുള്ള എയർഫോഴ്സ് ഒഫീഷ്യൽസും എല്ലാവരും ഉണ്ട് റിമംബർ ഇനി ഞാൻ പറയാൻ പോണത് തമിഴ്നാടു ഇസ് എ ബിഗ് സ്റ്റേറ്റ് ചെന്നൈ ഈ ഇൻ കോർണർ ഊട്ടി ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് അതായത് സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് അത്രയുണ്ട് കാരണം എത്ര മുപ്പത്തൊമ്പതോളം പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂൻസ് ആണ് കേരളത്തിൽ ഇരുപത്തി ഇരുപതിന്റെ ഉള്ളൂ പത്തൊമ്പത് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂ എക്സ്ട്രാ ആണ് അവിടെ മനസ്സിലായില്ലേ ചെന്നൈയിൽ നിന്ന് ഈവൻ ക്ലൈമറ്റ് മോശമായിട്ടും ചെന്നൈന്ന് സ്റ്റാലിൻ അവിടുന്ന് വന്ന് പ്ലെയിൻ എടുത്ത് അവിടെ വന്ന് കോയമ്പത്തൂർ വന്ന് അവിടുന്ന് കാറില് വളരെ ഡേഞ്ചറസ് ആണ് കാരണം എന്താ വെച്ചാൽ കാഴ്ച കിട്ടില്ല മൂടൽ മഞ്ഞ് ഊട്ടിയാണ് തണുപ്പ് കാട്ടിലാണ് പ്ലെയിൻ അത് വീണ്ടെടുക്കണം അയാൾ അവിടെ വന്നിട്ട് രാത്രി ക്യാമ്പ് ചെയ്ത് രാത്രി പോകാൻ പാടില്ല അത് മാത്രമല്ല ഡേഞ്ചറസ് പ്ലേസ് ആണ് കാരണം ആർക്കും നമ്മൾ അറിയില്ല ചിലപ്പോൾ എൽ ടി ടിക്കാരെ മറ്റേതൊക്കെ പി ഡബ്ല്യു ജി ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അവിടെ അധികം പറയുന്നില്ല ആരൊക്കെയെന്ന് അപ്പൊ വളരെ സൂക്ഷിക്കണം അപ്പോൾ ആളുകൾ സെക്യൂരിറ്റി പറഞ്ഞു രാത്രി അവിടെ വിസിറ്റ് ചെയ്തത് ആ ഇവിടെ അതായത് വീണ സ്പോട്ടിലൊന്നും പോരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഡേഞ്ചറസ് ആണ് കാരണം നമുക്കറിയില്ല കാടല്ലേ അപ്പൊ അയാൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ രാത്രി പത്ത് മണിക്കാണ് ചെയ്ത അയാൾ അവിടെ പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കിട്ട് അയാള് അവിടെ തന്നെ ഇരുന്ന് ഒരു എന്തോ പി ഡബ്ല്യു ഡി ഉദ്ദേശത്തോടെ നിന്ന് എല്ലാം അയാൾ വർത്തമാനങ്ങൾ അറിഞ്ഞ് എല്ലാം അറിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അയാളെ മിലിറ്ററി ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ ആക്സിഡന്റ് എവിടെ നടന്നു വെച്ചാൽ അത് ദൂരെ നിന്ന് നോക്കും കാരണം അങ്ങോട്ട് പോകാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ അവിടെ പട്ടാളം അവിടെ സീൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ കാലിന്റെ ഷെപ്പ് ഇതൊക്കെ അവർ നോക്കും അപ്പൊ അതുകൊണ്ട് അവിടെ സീൽ ചെയ്തിട്ട് അപ്പൊ അയാൾ അവിടെ നിന്ന് എല്ലാം നോക്കിയിട്ട് അയാൾ തിരിച്ചു പോയി മനസ്സിലായി അവിടെ എത്തി എവിടെ നിന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് എവിടേക്ക് ഊട്ടിയിൽ എവിടെ ചെന്നൈ എവിടെ ഊട്ടി ഇനി ഒന്ന് ഞാനൊന്ന് പറയട്ടെ പറഞ്ഞ എന്തിനാ ഞാൻ പറഞ്ഞത് ഇന്ന് ഒമ്പതരക്ക് വാളയാറിലോ തൃശൂർക്കാരൻ വറണ്ട് ഓഫീസറുടെ ശവം വരുന്നുണ്ട് ഈ ആക്ടറിൽ മരിച്ചത് വാറണ്ട് ഓഫീസറെ രാജ്യത്തിന് ജീവൻ ജീവൻ ബലിയർപ്പിച്ച മനുഷ്യനാണ് വാളയാറിൽ വരുന്നില്ല അവിടെ നിന്ന് കൃഷ്ണൻകുട്ടി ആരെ പോയിട്ടാണ് കൃഷ്ണൻകുട്ടി ബിന്ദു ആരെ പോയിട്ടാണ് റിസീവ് ചെയ്യുന്ന ശവം ആൻഡ് അത് കഴിഞ്ഞിട്ട് അവര് തൃശ്ശൂര് അവരുടെ തറവാടോ അവിടെ എവിടെയെങ്കിലും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യും കാരണം എന്താ വെച്ചാൽ വെക്കാൻ പറ്റില്ല ആരും എംബാം ചെയ്താണ് അതിന് പറഞ്ഞ ഡി എൻ എ ടെസ്റ്റ് നടത്തിയതാണ് പിന്നെ കുറേ ദിവസത്തിന് മുമ്പേ നടന്നതാണ് കരിക്കട്ട മുഴുവൻ കരിഞ്ഞ ഇതാണ് പെട്ടെന്ന് ജീവിതം കാണ്ട് our chief minister can then he cannot visit our chief minister cannot visit and area committee or branch committee meeting is attending Kannur all these places Palakkad everywhere Is it, that is important, this is important. A man who died for the nation from our state. Eh? This is called prioritize. ഒരു പ്രശ്നമില്ല ഇവിടെ എന്താ സംഭവിച്ചാലും കുഴപ്പമില്ല മുല്ലപ്പെരിയാർ കുട്ടിയാലും ശരി ആരെങ്കിലും മരിച്ചാലും കുഴപ്പമില്ല അവിടെ തന്നെ അയക്കുന്ന അവിടുത്തെ ഒരു രാജനെ ആരോ അയക്കുന്നില്ല അവിടെ അതാണോ അങ്ങനെയല്ല നോക്കൂ അവിടെ ഇളേ ഡൽഹിയിൽ ഇന്നലെ ക്രിമിനേഷൻ ടൈമില് ഡൽഹി ചീഫ് മിനിസ്റ്റർ അതിന്റെ പുറമെ നമ്മുടെ ഹരിയാന ചീഫ് മിനിസ്റ്റർ പുറമെ പിന്നെ നിങ്ങൾക്കറിയാലോ നീപ്പാൾ ഭൂട്ടാ ഭൂട്ടാൻ ഇവിടെ നിന്നൊക്കെയാണ് എല്ലാവരും വന്നത് നമ്മുടെ ആളെ കാണാൻ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പോകുന്നില്ല എന്നിട്ട് ആർക്കും ഒരു ജോലിയില്ലാത്ത രണ്ട് രണ്ട അതിനെ അതിനെ കൊണ്ട് അവിടെ വളയാറിൽ സ്വീകരിക്കാൻ വേണ്ടിട്ട് അതാണോ നല്ലത് എന്നാ പിന്നെ ചീഫ് മിനിസ്റ്റർ ആവശ്യമില്ലല്ലോ ചീഫ് മിനിസ്റ്ററുടെ ഡ്യൂട്ടി എന്താണ് അതല്ല ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ ഒന്നും പറയാൻ പറഞ്ഞിട്ടല്ല ഇപ്പൊ നോക്കൂ ആ ഡ്യൂട്ടി എന്നാണ് പറഞ്ഞു കാണുന്നത് പത്രം വായിക്കും എന്താണെന്ന് ഡ്യൂട്ടി എന്താ ചെയ്യുന്നത് പിന്നെ അപ്പൊ അതാണ് ഞാൻ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഈ ഈ കാര്യങ്ങളൊക്കെ നോക്കണം there is corporate social responsibility you are doing job for your citizen society you to render service you are getting salary from the tax payer not for the party അത് ആണ് മനസ്സിലാക്കേണ്ടത് എല്ലാവരും എല്ലാവരും എല്ലാവരും കാരണം ഇപ്പൊ നമ്മൾ അയാള് വിപിൻ റാവത്ത് പറഞ്ഞു വളരെ ട്രാജഡി ആയിട്ടുള്ള ഒരു കാര്യമാണ് never happen in the past വളരെ ട്രാജികരം വിങ് കമാൻഡർ പലരും മരിച്ചു വളരെ ദുഃഖകരമായ ഇവിടെ ഒരു ദുഃഖമില്ല യാതൊന്നുമില്ല ആര് കുറച്ചുള്ള അവിടെ പോകാതെ ഇവിടെ തൃശ്ശൂർ ഇവിടെ എന്താ പറയണ്ട കണ്ണൂര് ഇവിടെയൊക്കെ ഇവിടെ ഏരിയ കമ്മിറ്റി മറ്റേ കമ്മിറ്റി ആ കളമശ്ശേരി ഇന്ന് കളമശ്ശേരിയിലാണ് കാൺ ഹീക്കോട്ട് തൃശ്ശൂർ കളമശ്ശേരി തൃശ്ശൂർക്ക് ഒന്നര കിലോമീറ്റർ ഒന്നര മണിക്കൂർ പോലും ഇല്ല ഒരു മണിക്കൂറുള്ളൂ ഇയാള് ശവം വരുന്ന സമയത്ത് ഒരു ചീഫ് മിനിസ്റ്റർക്ക് അവിടെ പോകാൻ പറ്റില്ല ഈ കളമശ്ശേരിന്ന് ഇവിടേക്ക് തൃശ്ശൂർക്ക് അപ്പൊ നമ്മുടെ കുറ്റമല്ല പറയുന്നത് അപ്പൊ അതാണ് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് ജീവൻ ബലിയർപ്പിച്ച ആളുകളോടുള്ള നമ്മുടെ മറക്കരുതേ ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ സെക്രട്ടേറിയറ്റിൽ പോയി നോക്കൂ അവിടെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ നട ഉരുളുന്നമാര് പറയാ എന്താ പറയാ നമ്മുടെ സ്പോർട്സില് ഗോൾഡ് മെഡലും സിൽവർ മെഡലും മേടിച്ചിട്ട് ഗ്രിപ്പ് ജോലി വാഗ്ദാനം ചെയ്തിട്ട് എട്ട് കൊല്ലമായിട്ടും ജോലി വാഗ്ദാനം കൊടുക്കാതെ അവിടെ കടന്ന് ഉരുളുന്നു മണ്ണില് അവിടെ സെക്രട്ടറിയന്റെ മുമ്പില് gold medal silver medal bronze medal മേടിച്ച അനവധി സ്പോർട്സ് പേഴ്സൺ സ്ത്രീകളും പുരുഷന്മാരും ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നു എന്താ ഇവര് ചെയ്യുന്നത് എന്താ ഇവര് ചെയ്യുന്നത് എനിവേ ഇതൊന്നും അഡ്മിനിസ്ട്രേഷൻ അല്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ ഇതല്ല പിന്നെ വേറൊന്ന് ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എച്ച് ആറിലെ ശ്രദ്ധിക്കേണ്ടത് കോമ്പൻസേഷൻ ബെനിഫിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റാഫിംഗ് ഇവിടെ സ്റ്റാഫിങ്ങിനെ പറ്റി ഒന്ന് പറയാനായിട്ട് എനിക്ക് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് സ്റ്റാഫിങ് രണ്ട് വിധമുണ്ട് നോക്കൂ ഈ സ്റ്റാഫിംഗ് പറഞ്ഞ play to keep the person right person at the right place അതെങ്ങനെയാണ് ത്രൂ അഡ്വർടൈസ്മെന്റ് ആവാം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറഞ്ഞ റിക്രൂട്ട്മെന്റ് അതേമാതിരി നമ്മുടെ ഇന്റേണൽ പ്രൊമോഷൻ അതേമാതിരി സി നമ്മുടെ നോക്കൂ recruitment is positive selection is negative recruitment നിങ്ങൾക്ക് പതിനെട്ട് ലക്ഷം ആപ്ലിക്കേഷനൊക്കെ ആർക്ക് വേണമെച്ചാൽ അപ്ലൈ ചെയ്യാം പക്ഷെ സെലക്ഷനിൽ ആ ആരാണ് ജയിച്ച് അവർക്ക് മാത്രം അത് നെഗറ്റീവ് ആണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാണ് ജയിച്ച് അവർക്കല്ലേ കിട്ടും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഷാഫിങ് നല്ല ആളുകളെ സെലക്ട് ചെയ്യുന്ന വിധം നല്ല ആളുകൾ പിന്നെ അതായത് നല്ല ആളുകളെ എന്ന് പറഞ്ഞാൽ qualified skilled man power every way അതാണ് വേണ്ടത് ഓക്കെ പിന്നെ വേറൊന്ന് മാനേജ്മെന്റ് സക്സഷൻ പ്ലാനിങ് പറഞ്ഞതാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയൂ സക്സഷൻ പ്ലാനിങ് പറഞ്ഞതാണ് സക്സഷൻ പ്ലാനിങ് എന്ന് വെച്ചാൽ നോക്കൂ ചില അസാമാന്യമായി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചോളൂ ഞാൻ എക്സാമ്പിളോട് കൂടിയാണ് പറയുന്നത് ഈ സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ചിലവരുടെ കോൺട്രിബ്യൂഷൻ മറക്കാനാവാത്തതാണ് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ടാറ്റ രത്തൻ ടാറ്റ എഴുപത്തഞ്ച് വയസ്സായ ഞാൻ റിട്ടയർ ചെയ്യും പറഞ്ഞു എഴുപത്തഞ്ച് വയസ്സായ ഞാൻ റിട്ടയർ ചെയ്യും പറഞ്ഞു അപ്പൊ എഴുപത്തിനാലാമത്തെ വയസ്സില് മിസ്ത്രി അവിടെ അപ്പോയിന്റ് ചെയ്തു എന്നിട്ട് ഒരു കൊല്ലം അയാളുടെ അണ്ടർ ട്രെയിനി ആയിരുന്നു എന്നിട്ട് അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ ഇയാളെ മേപ്പെട്ട പിന്നെ ടാറ്റ ഗ്രൂപ്പിന്റെ ടാറ്റ സൺസിന്റെ ചെയർമാൻ ആയിട്ടാണ് കാരണം ടാറ്റ ഇസ് ദ ബിഗസ്റ്റ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ തൊണ്ണൂറ്റി നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ കമ്പനികളൊക്കെയുണ്ട് അപ്പോ അങ്ങനെ അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് വേക്കം ഉണ്ടാവില്ല ഒരാൾ പോയാൽ പെട്ടെന്ന് അതേമാതിരി കോമ്പറ്റന്റ് ആയ ഒരാൾ ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ മുമ്പേ കൂട്ടിയിട്ട് ധാരാ പോകുന്നത് അല്ല മരി മരിച്ച വേറെ കാര്യം കേട്ടോ നമുക്ക് റിട്ടയർ ചെയ്യാൻ ആളെ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹം ഉണ്ടെങ്കിൽ അവിടെ വെക്കാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്തണം അതിന് മുമ്പേ കൂട്ടി അവന് ട്രെയിനിങ് കൊടുത്ത് അവിടെ എത്തിക്കണം അതായത് പിന്നെ അയാളവിടെ പോകുമ്പോൾ ഇയാൾ ആ സീറ്റിൽ ഇരിക്കാൻ ഇരുന്ന വേക്കൻസി ഇതുണ്ട് വേക്കൻ്റ് ആവില്ല സീറ്റ് ഇനി പറയാം എക്സാമ്പിൾ എങ്ങനെയാണ് നമ്മുടെ Homi Bhabha you know greatest scientist ടോമി അദ്ദേഹം മരിച്ച സമയത്ത് അയാളെ റീപ്ലേസ് ചെയ്യാൻ ആരുണ്ടായിരുന്നില്ല ഇന്ത്യയിൽ പക്ഷെ നമ്മുടെ മലയാളിയായ എം ജി കെ മേനോനാണ് ഒരാൾ ഒരാൾ അഭിപ്രായം പറയില്ല ഒരാൾക്ക് പറയാൻ പറ്റില്ല മേനോനെയാണ് അവിടെ റീപ്ലേസ് ചെയ്യുന്നത് okay M G K Menon okay അദ്ദേഹമാണ് ഇനി രസം കേൾക്കും രണ്ടുപേരും India number one and India number two പറയാം ഒരൊട്ടാൾക്കും അതിന് ഒരു ഇത് പറയാൻ പറ്റില്ല ഇനി നോക്കൂ രസം പതിനഞ്ച് കൊല്ലം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലെ ഡയറക്ടറായിരുന്നു M G K Menon a central ഗവൺമെന്റിൽ അപ്പോയിന്റ് ചെയ്ത ആളാണ് professor M G K Menon okay greatest scientist one of the biggest golden boy of India എന്നാണ് അയാൾ പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇവിടെ ആവശ്യമില്ലെന്ന് പറയുന്നത് അപ്പൊ അതാണ് എന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയ സെൻട്രൽ ഗവൺമെന്റ് എന്നെ സെലക്ട് ചെയ്തത് എനിവേ അപ്പൊ എന്താ ഫലം എന്ന് ചോദിക്കോട്ടെ പതിനഞ്ച് കൊല്ലം ഡയറക്ടറായി പതിനഞ്ച് കൊല്ലം അപ്പൊ ബാബയെന്ന് ഭൗമ്യോപം മരിച്ചപ്പോ ആ സീറ്റിൽ മേനോനിരുന്നു പതിനഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോ എത്തിയത് ഇന്ദിരാഗാന്ധി വെൻ ഷീ വാസ് ദ പ്രൈം മിനിസ്റ്റർ റിക്വസ്റ്റഡ് മേനോൻ ടു കം ടു ഡൽഹി ഇത് ഡി എഫ് ആർ ബോംബെയിലാണ് കേട്ടോ ബോംബെന്ന് നമ്മുടെ ഡൽഹിക്ക് വരാൻ വേണ്ടി പറഞ്ഞു അവിടെ ഇലക്ട്രോണിക് കമ്മീഷന്റെ ചെയർമാനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സിന്റെ സെക്രട്ടറി അങ്ങനെ അനവധി ഓഷ്യോണോഗ്രാഫി മറ്റേത് സി എസ് ഐ ആർ അതേമാതിരി ഇതിന്റെയൊക്കെ ചെയർമാനോ വേണ്ടി പറഞ്ഞു ആര് നമ്മുടെ ഇന്ദിരാ ഗാന്ധി ഓക്കെ പ്രധാനമന്ത്രിയെ പറയുന്നത് പക്ഷെ നല്ല ഒരു വളരെ നല്ല റിലേഷൻ ആണ് ഞാൻ ഓഫ് കോഴ്സ് എം ജി കുവനോന്റെ വീട്ടിൽ പോയിട്ടുണ്ട് കാരണം ബോർഡ് അജന്റയും കൊണ്ടൊക്കെ പോയിട്ടുണ്ട് വെരി ഗ്രേറ്റ് അയാളിന്നും കാണാൻ പറ്റില്ല ആറുമാസം മുമ്പേ അപ്പോയിന്റ്മെന്റ് എടുത്താൽ പോലും കാണാൻ പറ്റില്ല അയാൾ ഉണ്ടാവില്ല രാത്രി പന്ത്രണ്ട് മണിയുടെ ഫ്ലൈറ്റിൽ വരും രാവിലെ അഞ്ചു മണിയുടെ ഫ്ലൈറ്റ് തിരിച്ചു അങ്ങനത്തെ ആളാണ് അയാളുടെ ഞാനൊരു ദിവസം അയാളുടെ വീട്ടിൽ പോയപ്പോ ഭാര്യ പറയണ്ടേ എന്റെ സാറേ എന്റെ കുട്ടികളെ അച്ഛന് വേണ്ടിയിട്ട് എത്ര ദിവസം അങ്ങനെയൊക്കെ വളരെ തിരക്കുള്ള മനുഷ്യരായിരുന്നു അപ്പൊ ഇവിടെ ഞാൻ പറയാൻ പോണത് ഇയാള് ഡൽഹിക്ക് പോയി ഇങ്ങനെ പറഞ്ഞിട്ട് ഡൽഹിക്ക് പോയപ്പോഴാണ് തമാശ ഇനി ആരിയ്ക്കും അവിടെ ആരുടെ നമ്മുടെ മേനോന്റെ സീറ്റില് you will be shock to know that many, many years that room was locked as a memorial of these two great scientists, sons of India. ആർക്കും ഇരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇരിക്കാൻ പോകുന്ന ആളൊക്കെ അതേമാതിരി എന്ത് അതിന്റെ ഒരു പത്ത് ശതമാനം ക്വാളിറ്റിയെങ്കിലും വേണ്ടേ എത്രയോ തവണ ഞാൻ കണ്ടതാണ് ആ റൂം പൂട്ടിയിട്ടില്ല പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആരോ ഇവിടുത്തെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ആരോ നാഗര നാഗരാജൻ ശ്രീകണ്ഠൻ കുറെ കാലം കഴിഞ്ഞിട്ട് അയാള് അവിടെ ഇരുന്നു ഇരിക്കാൻ തടയുന്നു അനവധി വർഷത്തിന് ശേഷം പക്ഷെ അതൊരു കൂട്ടിയെടുക്കുകയാണ് അപ്പൊ എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ സക്സഷൻ പ്ലാനിങ് ദ മാൻ അപ്പോ വേക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ succession planning to find out identify a suitable person to when our vacancy comes to take over the charge അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് നിങ്ങളുടെ അപ്രൈസൽ പെർഫോമൻസ് മാനേജ്മെന്റ് അതായത് നിങ്ങളുടെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുക എന്താ പെർഫോമൻസ് റിവ്യൂ ചോദിച്ചോളൂ കേട്ടോ കോർപ്പറേറ്റിലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അതായത് നിങ്ങളുടെ ക്വാർട്ടർലി അപ്രൈസൽ ഉണ്ട് ഹാഫ് ഇയർലി അപ്രൈസൽ ഉണ്ട് ഇയർലി അപ്രൈസൽ ഉണ്ട് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഇയർലി ആണ് അത് തോന്നിയ മാതിരിയാണ് വായിക്ക് വന്ന് കോതയ്ക്ക് പാട്ടാന്ന് പറയുന്ന എന്താണ് അവർക്ക് ഇഷ്ടമുണ്ടോ യാസ് വെരി ഗുഡ് ഇഷ്ടല്ലേ ഓർ എന്നിരിക്കും അതല്ല പെർഫോമൻസിൻ്റെയും കോൺട്രിബ്യൂഷൻ അനുസരിച്ച് നിങ്ങളെ മുഖം നോക്കാതെ എഴുതണം interpersonal relation you to maintain അതായിരിക്കും പെർഫോമൻസ് അപ്ലൈസ് ഒരിക്കലും നിങ്ങൾ അതൊരു വെപ്പണായിട്ട് കാണരുത് ഒരാളെ ക്രൂശിക്കാനോ അയാളുടെ പേര് പ്രതികാര ബുദ്ധിയോട് കൂടിയോ പെർഫോമൻസ് സർപ്രൈസിൽ ചെയ്യരുത് ബാക്കി ഞാൻ പിന്നീട് പറയാം പിന്നെ employer relation you have to maintain very good relation with employee remember uh, you had to maintain very good relation with employee all employees problem starts with a, uh, a uh, gap in communication so what you can offer what you cannot offer that you can discuss and uh, so that conflict will not all industrial problem starts with uh, you know lack of communication അവർക്ക് അറിയില്ല നിങ്ങൾ എന്താ തരാൻ പോകുന്നത് എന്താണ് ആന ചേന ഇപ്പൊ കണ്ടില്ലേ കർഷകരുടെ എഴുതി കൊടുത്തു ഇപ്പൊ പോയി എഴുതി കൊടുത്തു അവർ മാറി കണ്ടോ രാജ്യം എഴുതി കൊടുക്കരുത് ഒരു കൊല്ലം കാത്തിരിക്കണം ഒരു ലെറ്റർ കൊടുക്കാൻ കാര്യം മനസ്സിലായി അപ്പൊ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞ് അതേപ്രകാരം നമ്മൾ പ്രവർത്തിക്കണം എന്നാ പിന്നെ ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് പാട് കോർപ്പറേറ്റിലൊക്കെ ഭയങ്കര ഹ്യൂജ് ലോസ് ഉണ്ടാവും അത് അങ്ങനെയാണ് അപ്പോ you to maintain a proper this thing performance management ഞാൻ പറഞ്ഞു എംപ്ലോയർ പിന്നെ employee relation, I was industry relation manager for many many many most successful of the most successful relation manager. പക്ഷേ എല്ലാവരും നല്ല മോസ്റ്റ് ഇൻഡസ്ട്രി റിലേഷൻ മാനേജർ നല്ല മാനേജറെ എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെതായ വിധത്തിൽ ഞാൻ അതിൽ ഫിറ്റ് അല്ല എന്ന് കരുതുന്ന ആളാണ് എന്തറിയോ എന്താ കാരണം എന്നറിയോ എൻ്റെ എത്രയോ കാലം ഞാൻ ഇൻഡസ്ട്രി റിലേഷൻ ചെയ്താണ് ഈ എംപ്ലോയി തന്നെ പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് എനിക്ക് എന്ന് ഞാൻ മനസ്സിൽ എപ്പോഴും ഓർക്കുന്നു എന്താ കാരണം അറിയോ industrial means you to take disciplinary action employee suspension dismissal ഇതൊക്കെ ഉണ്ട് അപ്പൊ നമുക്കത് വേദനയുണ്ടാകും കാരണം എന്താ ചിലവർക്കായി ഭർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യ ഒന്നും ചെയ്തിട്ടില്ലല്ലോ കുട്ടികളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഭർത്താവിന് ഹസ്ബൻഡ് ചെയ്തില്ല അപ്പൊ അവിടെ പട്ടിണി ആയിരിക്കും ചിലപ്പോൾ ഭർത്താവിനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പൊ അതോ ഒരു പ്രാവശ്യം സസ്പെൻഡ് ചെയ്ത പിന്നെ നോക്കണ്ടവരോ ഒരു രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം നോക്കണ്ട അവൻ ഒബിയിൽ വരാൻ പറ്റില്ല അപ്പൊ അതുവരെ ശമ്പളമുണ്ട് ജീവിക്കണ്ടേ അതൊക്കെ എനിക്കത് മാനസികമായി പല ആവശ്യം ഞാൻ നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി പറയാണ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഞാൻ രാജിവെച്ചതിന്റെ കാരണം തന്നെ ഇത്ര ടെൻഷൻ കൊണ്ടും വളരെ നല്ല പൊസിഷൻ വളരെ നല്ല സാലറി വളരെ നല്ല ലോ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ വയ്യ എന്ന് തോന്നി ഞാൻ ബി ആർ എഫ് എടുത്തോളാണ് കാരണം ഇത്തരത്തിലുള്ള എത്രയോ എത്ര എത്രയോ മാറ്റർ ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് തലനരച്ചു പക്ഷേ I learn a lot and how to do the industrial relation give and take പോളിസേഷൻ ഇത് and you know we to understand the problems of the people give a chance to uh, you know to explain their grievances and എൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ വാട്ട് ഹാഡ് ഞാൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ മാനേജർ ആയിരുന്നു പബ്ലിക് സെക്ടർ ഞാൻ എന്താ ചെയ്തറിയോ I fix the time ten to ten thirty ആ സമയത്തിനുള്ളിൽ യൂണിയൻ വന്നോളണം പ്രസിഡന്റും സെക്രട്ടറിയുടെ അവര് വരും അതിനുശേഷം എന്നെ പിറ്റീസെ കാണാൻ പാടും അല്ലാണ്ട് ഇടയിൽ കൂടെ വന്നിട്ട് എന്നെ കാണാൻ പറ്റില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരും കൊണ്ടുവരും അവരുടെ ചാർട്ടറോ ഡിമാൻഡ്സ് എന്തെങ്കിലും കൊണ്ടുവരും അപ്പൊ ഞാനിത് ചെയ്യാം കേട്ടുള്ളൂ ഇതാണ് ഇമ്പോർട്ടന്റ് ഇത് വായിക്കും okay let me see let me see എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ ഞാൻ എന്തെങ്കിലും ചെയ്യും no this is not possible ഇത് കണക്ട് വിത്ത് പേര് വിഷ അയാൾക്ക് അറിയാം അവർക്കറിയാം രുചിക്കില്ല അപ്പോ അപ്പൊ ഒരു പത്ത് മുപ്പത്തഞ്ച് പ്രപ്പോസൽ കൊണ്ട് വന്നിട്ടോ അതിൽ മൂന്നോ നാലെണ്ണോ ഞാൻ ലെറ്റ് മീ സി എന്ന് പറയും പക്ഷെ അവര് ഹാപ്പിയാണ് മൂന്നോ നാലെണ്ണെങ്കിലും ആയല്ലോ അവര് ഹാപ്പിയാണ് അപ്പൊ അങ്ങനെ very cordial relation I just mainly throw my industrialization, you know, career there in the public administration. And you will be surprised. ഇത് നിങ്ങളുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന ആളുകളോട് പറയാം ഒരു പേഴ്സണൽ മാനേജർക്കും ഒരു പേഴ്സണൽ മാനേജർക്കും യൂണിയൻ സെൻഡ് ഓഫ് തരില്ല എല്ലാവരും വെറുതെ ചെയ്യുക പേഴ്സണൽ മാനേജർ കാരണം ഇങ്ങനെ സസ്പെൻഷനും മറ്റേതും അതൊക്കെ അല്ലേ അങ്ങനല്ലേ സാധാരണ പറഞ്ഞത് ഞാൻ ട്രാൻസ്ഫർ ആയപ്പോ അവിടുന്ന് ചണ്ഡീഗഡിൽ നിന്ന് ഹൈദരാബാദിൽ ട്രാൻസ്ഫർ ആയപ്പോ യു ജി ഇന്ന് അറേഞ്ച് ചെയ്ത പാർട്ടി പിന്നെ ലക്ഷറി ഹോട്ടൽ വിത്ത് ഇതിന്റെ ബാക്കറി ഇരിക്കുന്നുണ്ട് അവരുടെ gift Japanese gift I still preserve that is a precious gift ഇവനപ്പുറത്ത് കയറുന്ന അറിയേണ്ടത് കൂടിയുണ്ട് അതെല്ലാം എനിക്ക് ഞാൻ അറിയുന്നില്ല യൂണിയന്റെ സൈഡിൽ നിന്ന് കിട്ടുക പറഞ്ഞാല് യൂണിയൻ ഒരു പേഴ്സണൽ മാനേജർക്ക് പാർട്ടി കൊടുക്കില്ല ഇനി ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ അറിയാത്തവരോട് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ നിങ്ങൾ ഓരോരോ ക്വാളിഫിക്കേഷൻ ഉണ്ടാവല്ലോ നമ്മളൊരു ജോലിക്ക് പോണ സമയത്ത് വാട്ട് ഈസ് യർ ക്വാളിഫിക്കേഷൻ കേട്ടോളൂ ശ്രദ്ധിച്ചോളൂ ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ അവൻ ഇതാണ് ഇതാണ് ഇതാണ് ഇതാണ് പറയല്ലേ നോ സപ്പോസ് ഒരു പേഴ്സണൽ മാനേജർ ഇന്റർവ്യൂവിന് പോയിപ്പോ മുമ്പോ ചോദിക്കുകയാണ് what is your qualification I M B A L L P then I have taken M S W ചോദ്യം അടുത്തത് രണ്ടാമത്തെ ചോദ്യം കേട്ടോ കേട്ടോ വളരെ ശ്രദ്ധിച്ചോളൂ ഞാൻ പറയുന്നത് ഞാനിതെല്ലാം പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് പറയുന്നത് എച്ച് ആറിനെ പറ്റിയിട്ടാണ് പറയുന്നത് ആ ബുക്കിൽ ഇല്ലാത്ത ഞാൻ ബുക്ക് നോക്കിയിട്ട് പോലും ഇല്ല അങ്ങോട്ട് തിരിഞ്ഞിട്ട് പോലും ഇല്ല അടുത്ത ചോദ്യം നിങ്ങൾ ഏത് കമ്പനിയാണ് ജോലി ചെയ്യുന്നത് അവിടെ എങ്ങനെയുണ്ട് അതായത് ഈ വല്ല യൂണിയൻ പ്രോബ്ലമോ എത്ര യൂണിയൻ ഉണ്ട് അവിടെ വല്ല പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു വിചാരിക്കുക ഏതേ പ്രധാന മാനേജർ പോഷണം പോയിരുന്നത് എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ കഴി ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ യൂണിയന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അവിടെ എന്തെങ്കിലും എന്ന് ചോദിച്ചു ഞാൻ പറയാണ് no no sir we are having very cordial relation there is no problem nothing is and always you know they give lot of regards me and അല്ലെ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് മസ്ക് അടിച്ചിട്ട് ഇരുന്നു വിചാരിക്കുക ഇരുന്നു വിചാരിക്കുക ഓർമ്മിക്കാം അടുത്ത ആള് വരും നിങ്ങളുടെ പിന്നിൽ വേറെ ആള് അടുത്ത കാൻഡിഡേറ്റ് അവനോട് ചോദിക്കുക എവരാറി വർക്ക് ചെയ്തു സോ എവിടെ വർക്ക് ചെയ്തു എഫ് എ സി ടി അവിടെ എത്ര യൂണിയൻ ഉണ്ട് പത്ത് പത്ത് യൂണിയൻ നിങ്ങൾ ടാക്കിൾ ചെയ്യണേ ടാക്കിൾ ചെയ്യണേ uh, sir, one union will bring this, one union will bring this, and uh, we one handling one by one, and you know, sometimes we can we cannot please like that, like that, like that. No, the second person will get job, not the first person. That means the second person is having experience in dealing with the union, not the first person. Ah, yeah, no, sir, no problem. There is no union. No, no. Another thing. ഇത് ലാസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ അപ്പൊ ചോദിക്കും നിങ്ങളെ നിങ്ങളുടെ യൂണിയൻ മെമ്പേഴ്സ് ആരെങ്കിലും ഞാൻ പ്രസന്റ് മാനേജറുടെ പോഷനെ പോയി വെച്ചാൽ എന്നോട് ചോദിച്ചിട്ടില്ല കേട്ടോ എന്നെ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല പ്രസന്റ് മാനേജർ പോഷനെ പോയേച്ചാൽ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കണമെന്ന് ചോദിക്കും നിങ്ങൾ എപ്പോഴും ഏതെങ്കിലും യൂണിയൻ ലീഡേഴ്സ് നിങ്ങളെ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഞാൻ പറയാണ് ഇല്ലില്ല ഒന്നുമില്ല അങ്ങനെ യാതൊന്നുമില്ല വേറെ ബോഡി റിലേഷൻ ആക്കിയില്ല you are not qualified qualified for post എന്താ കാരണം അറിയോ അബ്യൂസ് കിട്ടും പേഴ്സണൽ മാനേജർ കാരണം അവരുടെ ആവശ്യങ്ങളെ നിങ്ങളെ അവതരിപ്പിക്കുക നിങ്ങളെ ചിലപ്പോൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ തെറി പറയും ആ തെറി നിങ്ങളോടല്ല നിങ്ങളുടെ പോഷനോടാണ് അല്ലാണ്ട് ഏസ് എ പേഴ്സൺ നിങ്ങളോട് യാതൊരു ആലോചിക്കാതിരിക്കില്ല പക്ഷേ തെറി കിട്ടും പക്ഷെ അത്തരത്തിൽ തെറി നിങ്ങൾക്ക് കിട്ടിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇതൊക്കെ ഈ അഡ്മിനിസ്ട്രേഷനിൽ പെട്ടതാണെന്ന് ഓർക്കുക കേട്ടോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് പറയാം ഇതൊക്കെ രസകരമായ സംഭവങ്ങളാണ് അതാണ് ഈ പറഞ്ഞത് പിന്നെ പെർഫോമൻസ് മാനേജ്മെന്റ് പറഞ്ഞു എംപ്ലോയർ റിലേഷൻ പറഞ്ഞു അപ്പൊ employer relation always cordially also okay discuss with is എനിക്കണക്ടഡ് with personal you have to discuss with the trade union also okay അടുത്തത് പിന്നെ instructional design total quality management അതൊക്കെ return on investment always you know company spending huge amount return on investment is required. So for that, employees they have to work hard and uh, you know maximum productivity, everything. Then only if company is progressing, you get progress. Company is making profit, you will get bonus. അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ അതിനുവേണ്ടി return on investment what or money they you spend you know investment is you know return is also required so another point managing knowledge workers ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു പോയിന്റ് ആണ് ഇത് പറയുന്നത് ഞാൻ നിങ്ങളുടെ ബുക്ക് ടച്ച് ചെയ്തു നോളേജ് വർക്കേഴ്സിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം അവരെ പോവാൻ അനുവദിക്കരുത് കഴിയുന്നതും കാരണം എന്താ വെച്ചാൽ അവരുടെ സേവനം നിങ്ങളുടെ കമ്പനിക്ക് ആവശ്യമാണ് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ആണ് ഓരോരുത്തരെ ചില ഹോസ്പിറ്റലിലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാവർക്കും നടത്താൻ പറ്റില്ലല്ലോ അത്തരത്തിലുള്ള ഡോക്ടേഴ്സിന് ആ ഹോസ്പിറ്റൽ പ്രിസർവ് ചെയ്യണം നല്ല ശമ്പളം കൊടുക്കേണ്ടി വരും നേരെ അതുകൊണ്ട് സർവൈവ് ചെയ്യണ ഹോസ്പിറ്റൽ ഉണ്ടോ ഈ ഒറ്റ കാര്യം കൊണ്ട് സർവൈവ് ചെയ്യണ ഹോസ്പിറ്റൽ അല്ലേ അപ്പൊ ശ്രദ്ധിക്കണം നോളജബിൾ ഇതിന്റെ person knowledge work workers office അവരെ നമ്മുടെ പ്രിസർവ് പിന്നെ ഒബ്ജക്റ്റീവ് എഫിഷ്യൻസി maximizing പിന്നെ benefit and minimizing cost Minimizing cost maximizing the efficiency പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ H R is a comprehensive function cost effective പറഞ്ഞു കഴിഞ്ഞു optimum utilisation of human capital ആളുകളെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഹ്യൂമൻ ക്യാപിറ്റലാണ് ഏറ്റവും വലിയ അസറ്റ് നമ്മുടെ ഇന്ത്യ നമ്മുടെ എല്ലായിടത്തും ഹ്യൂമൺ ആണ് നിങ്ങളുടെ റോബോട്ടും എല്ലാം റോബോട്ട് ആരാ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് every behind every machine there person okay ഇതോ ഓർമ്മിക്കണം നമ്മുടെ human capital then H R manager specialist ആയിരിക്കണം എച്ച് ആർ എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നല്ല ഈ എച്ച് ആർ മാനേജർ കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിവുള്ള എല്ലാം കൂടി ഒരു മസാല ഉണ്ടെങ്കിലേ പക്ഷെ ഞാൻ ഞാനൊന്നും ഒരു പ്രോബ്ലം ഒരു ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തില്ല വളരെ ബ്യൂട്ടിഫുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടല്ല അപ്പൊ അങ്ങനെ യാതൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ if you are doing first of all we should be qualified number two we should have you know, courage to face any situation. Manasaya. Three, interpersonal relation, employee-employer relation, understanding the problems of the worker, avoiding communication gap. ഇതൊക്കെയാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം you grow you try to grow you allow others also grow അവർക്ക് എന്തെങ്കിലും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ കഴിയുന്നതും സഹായിക്കാൻ വേണ്ടി ഇത്തരമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് പിന്നെ പല പല ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം സമയത്തിന്റെ അഭാവം കൊണ്ട് എത്രയോ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസ് അത് കഴിഞ്ഞിട്ട് ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ സർപ്രൈസ് ആവും കാരണം കേരള ആയതുകൊണ്ട് ഈ ഒരു സംഭവം കേരളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് പറയണ്ട ഈ അവിടെ ട്രേഡ് യൂണിയൻ ടെററിസ്റ്റ് അറിയല്ലോ ചീഫ് മിനിസ്റ്റർ ഞാൻ അന്ന് പറഞ്ഞല്ലോ ചീഫ് മിനിസ്റ്ററെ വെടിവെച്ചു എന്ന ആളാണ് ഡി ജി പിയെ വെടിവെച്ചു എന്ന ആളാണ് ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ ലീഡർ എക്സ്ട്രം ഇഷ്ടം ആയിരുന്നു അയാൾ അങ്ങനെ കണ്ടായിരുന്നു പക്ഷെ എനിക്ക് അറിയുമായിരുന്നു ഇതൊന്നും എന്റെ വീട്ടിൽ വന്നിട്ട് ചായ ദോശയൊക്കെ കഴിക്കാറുള്ളതായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വളരെ നല്ല ഡീസെന്റ് ആയിട്ട് പെരുമാറുന്നതാണ് പക്ഷേ ഒരു ദിവസം സുപ്രഭാതത്തിലാണ് അത് കാണുന്നത് ചീഫ് മിനിസ്റ്റർ വീഡിയോ തോന്നുന്നുണ്ട് അപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഈ ഡിറ്റക്ട് പക്ഷെ ഇവിടെ ഞാനൊരു പോയിന്റ് പറയാൻ പോകുന്നത് ഇതെന്തോ ആയിക്കോട്ടെ ഞാൻ ബാക്കിയുള്ള കഥകളൊന്നും പറയുന്നില്ല ഇവിടെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഓരോരോ ഓരോരോ സ്ഥലത്തും ഓരോ വിധം ആന്ധ്രാപ്രദേശിലുണ്ട് എല്ലോട്ടുണ്ട് ഓരോ പ്രശ്നങ്ങൾ ഇവിടെ ഞാൻ പറയുന്നത് നമുക്ക് ഇത് ഓരോന്നും ഏത് വിധത്തിൽ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയണം ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ അത് ഏത് വിധത്തിൽ നിയമപ്രകാരം അതെങ്ങനെ കൊണ്ടുപോകണം നിയമപ്രകാരം അതിനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഈ എച്ച് ആർ മാനേജർ എന്ന് വെച്ചാൽ ബോസ് പറയുന്നത് yes okay ji oh right right അതല്ല വേറെവർ you have to say no you to say no അതാണ് എന്റെ ചരിത്രം ചെയർമാൻ എന്നോട് പറഞ്ഞു അഞ്ചാളെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു നോ എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞു പാടില്ല നിയമത്തിനെതിരാണത് ഞങ്ങൾ പറയുന്നതാണ് നിയമം പറഞ്ഞു ഞാനത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ആരെ പറഞ്ഞാൽ ഡയറക്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ എന്നാണ് അപ്പോ നിങ്ങൾ പറഞ്ഞതല്ലല്ലോ ഇവരെ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല തെറ്റണത് അത് രാത്രി ഒരു മണിക്ക് എന്നോട് പറയുന്നു മനസ്സിലായില്ലേ അപ്പോ മടിക്കരുത് നോ എന്ന് പറയാനും അറിയണം നിങ്ങക്ക് അല്ലെങ്കിൽ നിങ്ങള് കുഴകും നോ എന്ന് പറയാനും പഠിക്കണം അപ്പൊ അതേമാതിരി ഞാൻ അവസാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു സാറേ ഇവര് പ്രൊട്ടക്റ്റഡ് വർക്കേഴ്സ് ആണ് അണ്ടർ ദ ലോ കോൺട്രാക്ട് വർക്കേഴ്സിന് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അവര് റെപ്രസെന്റിങ് ദ ട്രേഡ് യൂണിയൻ അവർക്ക് വേണ്ടിയിട്ടല്ല സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത് അവര് ഇംഗ്ലാബ് വിളിക്കും അവരെ മുർദാബാദ് വിളിക്കും അവർ അവർക്ക് വേണ്ടിയിട്ടല്ല യൂണിയന് വേണ്ടിയിട്ടല്ലേ അവർ പ്രൊട്ടക്റ്റഡ് വർക്കേഴ്സ് ആണ് അതായത് secretary president vice president joint secretary ഇത് അഞ്ചാള് പ്രൊട്ടക്ട് വർക്കേഴ്സ് ആയ ട്രേഡ് യൂണിയൻ ആക്ട് അവര് സസ്പെൻഡ് ചെയ്യാൻ പാടില്ല അപ്പൊ അവസാനം ഒരു പഞ്ചാബിയനോട് സോഫ്റ്റി പറഞ്ഞ ഒരു ഡയറക്ടർ പറഞ്ഞു Mister Unnishan you are teaching us law but I I want to warn you that whatever whatever we say that you execute അപ്പൊ അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞത് ചെയർമാൻ അപ്പുറത്തേക്ക് chairman always supporting me okay sir I will prepare the five suspension letter to kindly sign that. I will prepare in five ten minutes. I will tell my secretary to prepare five suspension letter. When will you sign? Please sign. I will distribute. Please sign. Remember, president. Who is the president? Terrorist. Vice president. Terrorist. And then I told you, I, I never said that because of terrorist I will not sign. But it is illegal. എന്നിട്ട് അയാൾ പറഞ്ഞു no, no, no, why, why should I sign? Yes, you should നിങ്ങളല്ലേ ആവശ്യപ്പെട്ടത് ഞാൻ കൊടുക്കല ഞാൻ കൊടുക്കാം നിങ്ങൾ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം അയാളെ കുടുക്കി കാരണം എന്താ പറയാ അയാളല്ലേ സൈൻ ചെയ്യുന്നത് ഇപ്പൊ സൈൻ ചെയ്ത ആളെ വിടില്ലല്ലോ അവര് ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് അറിയോ നോ എന്ന് പറയാനും നിങ്ങൾ പഠിക്കണം നോ എന്ന് പറയാൻ പഠിക്കണം അതാണ് ഇന്നത്തെ നമ്മുടെ ഗവർണറുടെ സാരാംശം കാരണം നമുക്ക് നോ എന്ന് പറയാൻ അറിയില്ല ക്യാബിനറ്റ് മീറ്റിംഗിൽ പറ്റാൻ പറയാൻ പറ്റില്ല എവിടെയും വായ തുറക്കാൻ പറ്റില്ല അങ്ങനെ അറിയാലോ എന്താ സംഭവം അപമിനിയിരിക്കും മനസ്സിലായില്ല ആകപ്പാട് ഒരു കോഴിമുട്ട മാതിരി എല്ലാ കാര്യങ്ങളും അതേമാതിരി പെരിയാർ വന്നാലും ശരി എന്ത് പൊട്ടിയാലും ശരി ഇവിടെ ഒരു കുഴപ്പമില്ല നോ തെറ്റാണത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ ഒരാൾക്കുണ്ടോ പറയാൻ ധൈര്യം അതാണ് ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ചെയ്തത് ഇങ്ങനെ ഒരു കുട്ടി ആരാണ് എന്റെ അടുത്ത് ഇതേ സമയത്ത് ഒരു പ്രൊജക്ട് വർക്ക് വേണ്ടി വന്നു കേൾക്കണം കേട്ടോ നിങ്ങളെ പ്രൊജക്ട് വർക്ക് ചെയ്യാൻ വേണ്ടി I was very very happy to receive here where I am sitting she was sitting so she was doing some cancer research She, ഞാൻ പ്രൊജക്ട് ഗൈഡ് ആവണമെന്ന് പറഞ്ഞ് വന്നേവാ അപ്പോ ഞാനൊരു ചോദ്യം ചോദിച്ചത് നിങ്ങൾ ഈ പ്രൊജക്ട് വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് സൂപ്പർ ആയിട്ടുള്ള പ്രൊജക്ട് വർക്ക് ചെയ്യണം സി എസ് ഐ ആറിൻ്റെതാണ് ഫണ്ട്സിൻ്റെ ഇതൊക്കെയാണ് അത് ജനറൽ ഹോസ്പിറ്റലിൽ പറഞ്ഞത് കിട്ടിയിട്ടാണ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് എവിടെല്ലാം കിട്ടുന്നുണ്ട് കൈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ മെഡിസിനോ അതിന്റെ മിഷനറീസോ ഇതൊക്കെ മോഡേൺ മെഡിക്കൽ ഒക്കെ ഉള്ളത് മാത്രം റിഫ്ലക്ട് ചെയ്യാം ഗവൺമെന്റിന്റെ പല സ്കീമുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പക്ഷേ പക്ഷേ but in English word but ഈ മീനിങ് ബട്ട് കേരള ഗവൺമെന്റിന്റെ പല സ്കീമുണ്ട് നടപ്പിലാക്കിയ സ്കീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എടുക്കണം ഏത് ക്യാൻസർ പേഷ്യന്റ് അവിടെ കണ്ടില്ലേ കളമശ്ശേരി ഇതുവരെ ഒരു കമ്പ്ലീറ്റ് ചെയ്തിട്ട് പോലും ഇല്ല ബ്ലഡിങ് കംപ്ലീറ്റ് ചെയ്ത് പോലും അവിടെ എവിടെ തുറച്ചത് ഭക്ഷ്യം ചെയ്യുന്നുണ്ട് സ്കീം ഉണ്ടായാ പോരാ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ആ കുട്ടി ഒരു കാര്യം എന്നോട് പറഞ്ഞു അതെ അപ്പൊ ഞാൻ ചോദിച്ചു കാരുണ്യ പദ്ധതി കെ എം മാരുടെ അവർ അവിടെ കുറച്ച് നടക്കുന്നുണ്ട് എവിടെ അവിടെ കുറച്ച് നടക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ അല്ല കാരുണ്യ പദ്ധതി കേരളത്തിലെ എല്ലാവർക്കുമാണ് അവിടെ അല്ല അതിന്റെ അർത്ഥം നടക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം അതുകൊണ്ടാ പ്രജകൾ കൂടിയാണ് ഞാൻ എന്തെങ്കിലും which is beneficial for the എൻ്റെ citizen throughout the state അത്തരത്തിലുള്ള program whether it state whether it central government you can add I will also contribute a lot പക്ഷേ ആ കുട്ടി എനിക്ക് മനസ്സിലായ പരിപാടി എന്താ കാരണം എന്ന് വെച്ചാൽ അതിനെ പറഞ്ഞു അതിൽ ഞാൻ പല മൂന്നാലോ പോയിന്റ് വേറെ ഞാൻ കൊടുത്തിട്ടുണ്ട് വേറെ കാര്യം അപ്പൊ ഞാൻ ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല അപ്പൊ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സാലറി ഇതൊക്കെ ഹാപ്പി ആണ് റിസർച്ച് അത് ഇതെല്ലാം service condition working environment and biomedic medical wastage എൻവയോൺമെന്റൽ വർക്കിംഗ് ഇതൊക്കെ ശരിയാണോ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെയാണേ പൊതുവേ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കുന്നത് എനിവേ പിന്നെ optimal utilisation HRM helps employees grow their fullest potential, job satisfaction, etc. I don't know, I'm not keeping well, but even though, just let me take your book in. Uh, HRM has extend to the more developing domain ഇപ്പൊ പണ്ട് പേഴ്സണൽ മാനേജ്മെന്റ് ആയിരുന്നു ഇപ്പൊ എച്ച് ആർ എം ആണ് എച്ച് ആർ എം ഓഫീസറാണ് ഇപ്പൊ എല്ലാം അതിന്റെ കാരണങ്ങളൊക്കെ പിന്നീട് ഞാൻ പറയുന്നതാണ് എച്ച് ആർ എം ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അത് വൈഡ് ഇതാണ് പേഴ്സണൽ മാനേജ്മെന്റ് പറഞ്ഞ റൂള് പ്രകാരം പ്രവർത്തിക്കുന്നതാണ് എച്ച് ആർ എം പറഞ്ഞ അങ്ങനെയല്ല ഓപ്പൺ വളരെയധികം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അതായത് ഇതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് വെച്ചാൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തിലെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ ബുക്കിൽ നിന്നാണ് ഞാൻ നോക്കുന്നത് ചിലത് ഇതുവരെ ഞാൻ ബുക്കിൽ നിന്നല്ല പറഞ്ഞത് ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ ബുക്കിൽ ബുക്കിലത്തെ ഞാൻ പറഞ്ഞത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തില് വെൽഫെയർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഇതാണ് ഫോറിൻ കൺട്രീസിൽ ഉണ്ടായിരുന്നത് ജസ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വായിച്ച മനസ്സിലാവും സ്കോട്ട്ലാൻഡ് അമേരിക്ക ഇവിടെ ഓവൻ ഹെൻറി ഓവൻ പിന്നെ വെൽഫെയർ മാനേജ്മെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതില് personnel management P R S O N N E L ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിലവിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇനി ഒന്നും കൂടി ഞാൻ പറയട്ടെ വേറെ കാര്യം ഇതിനൊപ്പം ഒപ്പം ഞാൻ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കുറെ ഇൻപുട്ട് തരും കേട്ടോ അതായത് ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ പണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞ ഒരു കൊച്ചു ഡിപ്പാർട്ട്മെന്റ് കൊച്ചു ഡിപ്പാർട്ട്മെന്റ് അല്ല അതിന്റെ പേരാണ് ഈ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഒക്കെ മനസ്സിലായില്ലേ ഫുൾ പ്ലാൻഡ് മിനിസ്ട്രി ആയത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ നമ്മുടെ പി വി നരസിംഹറാവു അവര് എഡ്യൂക്കേഷൻ ഫുൾപ്രാജർ എഡ്യൂക്കേഷൻ മിനിസ്ട്രി മിനിസ്റ്ററായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ പല പല പല പല പുരോഗതി തിരുമലി I I T E I T ഇതുമായിട്ടുള്ള പല പല പല ഐ ഐ ടി പണ്ടുണ്ടായിരുന്നു ഒരു നാലെണ്ണം പക്ഷെ അതൊക്കെ ഓരോന്നോരോന്നിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് പല ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് അവർ ആരംഭിച്ചു കേട്ടോ അപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്നും അത് ഇതിന്റെ കീഴിൽ ഇത് വലിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പിന്നെ എന്താ പറയുക ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മുടെ മിനിസ്ട്രി ഉണ്ട് ഡൽഹി അതിൽ അതിനു നമ്മുടെ ഓൾറെഡി കമ്പനിയിലുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാ കമ്പനിയിലുണ്ട് പിന്നെ അപ്പൊ ഈ കമ്പനിയിലത്തെ ഞാൻ അതാണ് പറയുന്നത് കമ്പനിയിലെ നമ്മളെ ആര് ഹ്യൂമൻ റിസോഴ്സ് പറയും നമ്മുടെ വീട്ടിൽ correct correct feedback the boss not to please the boss correct feedback if you are not doing this is going to happen അതാണ് നിങ്ങളുടെ സ്കില്ല് അല്ലാണ്ട് നിങ്ങളുടെ സ്കില്ല് അയാളെ പോയിട്ട് മസ്കടിക്കുക അല്ലെങ്കിൽ അതേമാതിരി എല്ലാം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം ഇതേ അതിൽ അവിടെ അല്ലേ നിങ്ങളെ കഴിവ് അവരെന്തിനാണ് നിങ്ങളെ വെക്കുന്നത് ഓരോരോ പോസ്റ്റിൽ എന്തിനാ വെക്കുന്നത് ഓരോരുത്തർ കഴിവുള്ള ആളുകള് അതേത് ജോബ് പ്രോപ്പറായി ചെയ്യാൻ വേണ്ടിട്ടല്ലേ നിങ്ങളുടെ അക്കൗണ്ട്സിൽ അക്കൗണ്ട് തന്നെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രധാന duty finalisation of account transparent account balance sheet preparation schedules finalisation of account നോക്കിയിട്ടല്ലോ ബാങ്കിങ് അതെ ഇത് ഓഡിറ്റിങ് ഇതൊക്കെ ഇതിന്റെ അയാളുടെ ഡ്യൂട്ടിയല്ലേ ഇതൊക്കെ അപ്പൊ എന്താ പറയുക ഓരോരുത്തരും ഓരോ അല്ലേ പിന്നെ അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ പറ്റി സൈക്കോളജി തിയറി ന്യൂ ഡയമെൻഷൻസ് ആയി പിന്നെ അണ്ടർസ്റ്റാൻഡിങ് എച്ച് ആർ എം നോക്കട്ടെ എന്തെങ്കിലും defining H R M the following for definition encompass purpose and core issue series of indicated decision ഇതിൽ പിന്നെയും വരുന്നുണ്ട് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം ജസ്റ്റ് ഇത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്ടർ ഇതൊക്കെ പറഞ്ഞതാണ് ഞാൻ controlling procurement development compensation uh, integration, integration language, okay, and maintenance of human resource to the end. The organization function of the focus of effective management in uh, utilization of people, Arnu, people manage, produce, market, and sell the products and the service of an organization to support people as individuals and the group, the recruitment, selection, and assign ഓരോരോ കമ്പനിയിൽ ഓരോ വിധത്തിലുള്ള പിന്നെ സെലക്ഷനാണ് പല വിധത്തിലുള്ളതാണ് പിന്നെ മോട്ടിവേഷൻ എംപവർമെന്റ് പിന്നെ compensation utilisation service training development ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒന്നല്ല കേട്ടോ ഹലോ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒന്നല്ല training is on the job development is for future Training is for the present development is for the future on the ജോബിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ട്രെയിനിങ് കൊടുക്കുന്നത് നിങ്ങൾ ഒരു പുതിയ കമ്പനി ജോബിൻ ജോലി ചെയ്താൽ ജോയിൻ ചെയ്താൽ അവിടെ എന്ത് ചെയ്യേണ്ട അറിയില്ല ആദ്യം നിങ്ങൾ പഠിച്ചതല്ലല്ലോ അവിടെ പോയി ജോയിൻ ചെയ്യും അവിടെ നിങ്ങൾ പുതിയത് അവിടുത്തെ സിസ്റ്റം പഠിക്കണം അതാണ് ട്രെയിനിങ് അതിനാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അഞ്ച് പത്ത് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എല്ലായിടത്തും ഉണ്ടത് നമ്മുടെ ഐ എ എസിൽ ഇല്ലേ ആറ് മാസം ട്രെയിനിങ് ഐ എസ് പാസ്സായിട്ട് നിങ്ങൾക്ക് ഉടനെ ജോലി കിട്ടുമോ ആറ് മാസം ട്രെയിനിങ് ഉണ്ടല്ലോ അതേ ഐ പി എസിനുണ്ട് ഐ എഫ് എസിനുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ ആ training is very important then to know what it is നിങ്ങൾ എന്തെല്ലാം ചെയ്യണം അതിലൊക്കെ അതിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ ട്രെയിനിങ് ഡെവലപ്മെന്റ് പറഞ്ഞാൽ വെൻ ഫോർ ഫ്യൂച്ചർ ഹാൻഡ്ലിങ് എന്തെല്ലാം നിങ്ങൾ ചെയ്യണം അതിനെ പറ്റിയാണ് ഡെവലപ്മെന്റ് അതായത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പല പല ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് അതിനു വേണ്ടി നിങ്ങൾക്ക് ഇത് വരികയാണ് ട്രെയിനിങ് തരികയാണ് ഡെവലപ്മെന്റൽ ഫ്യൂച്ചർ നിങ്ങളതിനു വേണ്ടിയിട്ട് പിന്നെ the emphasis on drive for economy and efficiency interest മാനേജ്മെന്റിന്റെ oppose to work adoption of strategic approach value adding services ഇവിടെ ഒന്നും പറയില്ല futures of H R M there is stress on the integration of H R policy with overall planning എല്ലാ കമ്പനികളിലും എച്ച് ആർ പോളിസി ഡിഫറെൻ്റ് ആയിരിക്കും പല കമ്പനികളും പക്ഷേ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലെ സിമിലാരിറ്റി വിൽ ബി ഇത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും എഴുപത് ശതമാനം സിമിലാരിറ്റി ഉണ്ടാവും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ പക്ഷേ പ്രൈവറ്റില് മഹേന്ദ്രയിൽ നടക്കുന്നല്ല അഡാണിയിൽ അഡാണിയിൽ നടക്കുന്നല്ല റിലയൻസിൽ റിലയൻസിൽ അഡാണിയിൽ നടക്കുന്നതല്ല ടാറ്റയിൽ അവർ അവരുടേതായ വിധത്തിലുള്ള സർവീസ് പോളിസി ഉണ്ടാക്കും കേട്ടോ പിന്നെ human resource manage resource is the organisation most important as പറഞ്ഞല്ലോ ഞാൻ human resource management is the important asset of an organisation personal policies uh, directed towards achievement of corporate corporate corporate culture അതായത് ഒരു കൾച്ചർ വേണമെങ്കിൽ ഹലോ ഇനി ഞാൻ പറയട്ടെ എന്താ ഈ കൾച്ചർ ചില കമ്പനികൾ നിങ്ങൾ പോകുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നിങ്ങൾ അതിന്റെ സ്റ്റാറ്റസ് എവിടെ വർക്ക് ചെയ്യുന്നത് ആ എൻ്റെ ആ ഹാ ഹാ ഹാ ഹാ വെരി ഗുഡ് പണ്ട് മാരുതിയിലൊക്കെ പറയും ആ മാരുതിയിലാണോ ഇത് ചെയ്യുന്നില്ലേ അതിൻ്റെതായ ഗോളിയോ റയൻസ് പണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു എവിടെ അച്ഛൻ ഗോളിയോ ഏ എന്ന് പറയും മനസ്സിലായോ പണ്ട് ഒരു കാലത്ത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എവിടെ വർക്ക് ചെയ്യുന്ന H M T Kalamassery H M ടിയിലാണോ അല്ലെങ്കിൽ എഫ് എ സി ടിയിലാണോ പറഞ്ഞാൽ അത് ഒരു അഡീഷണൽ ഇതാണ് കാരണം പ്രസ്റ്റീജ് കമ്പനിയാണ് അപ്പോ ഓരോരുത്തർക്കും ഓരോ കൾച്ചർ ഉണ്ട് എന്താ കൾച്ചർ ഒന്ന് സാലറി നല്ല സാലറി വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊഡക്ടിവിറ്റി ബോണ ലിങ്ക്ഡ് ബോണസ് അങ്ങനെ പല നല്ല കൾച്ചർ ഉണ്ട് ഡൈവേഴ്സ്ഡ് പിന്നെ പല വിധത്തിലുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ട് അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പല സ്ഥലങ്ങളിൽ ആളുകൾ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അതൊക്കെ അതാണ് ഈ ഇത് പറയുന്ന കോർപ്പറേറ്റ് കൾച്ചർ പിന്നെ ഓരോരോ കോർപ്പറേറ്റിന് ഓരോരോ സിദ്ധാന്തം ഉണ്ട് നിങ്ങളെ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഗൈഡിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ ടി സി എസിലും ഇൻഫോസിസിലും ചെന്നാൽ അവിടെ അവർ വിഷൻ മിഷൻ അവർ വിഷൻ മിഷൻ ഏതൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ സ്ട്രാറ്റജീസ് എന്തൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അതൊന്നും വ്യതിചരിക്കരുത് കസ്റ്റമർ ബ്രൈബ് മേടിക്കാൻ പാടില്ല അതൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അതൊന്നും അങ്ങോട്ട് പോയി നിങ്ങളുടെ ജോലി കാണില്ല അതായത് കമ്പനിയുടെ റിസപ്ഷനിൽ ഈ ബോർഡ് കാണാം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ടി സി എസിലോ ഇൻഫോസിസിലോ അതേമാതിരി റിക്രൂട്ടർ കമ്പനിയുടെ vision statement mission statement strategic strategy ഇതൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് അത് വായിച്ചാൽ മതി അത് അവരുടെ കൾച്ചറാ അതേമാതിരി ആയിരിക്കണം സിഗരറ്റ് വലിക്കാൻ പാടില്ല അതേമാതിരി ചിലർ അവിടെ ഇതിണ്ടാവും യൂണിഫോം യൂണിഫോം ധരിക്കാതെ പറ്റരുത് ചിലവർ പറയും സാരി സാരി പറഞ്ഞാൽ ഏത് വിധത്തിലും സാരി കൊടുത്താൽ പോരാ എയർ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അഞ്ച് മീറ്റർ ആറ് മീറ്റർ ഒക്കെയാണ് താരി അത് അതുമാതിരി വരാൻ പാടുകൂടെ അല്ലെങ്കിൽ അങ്ങോട്ട് അഡ്മിഷൻ ഉണ്ടാവില്ല അപ്പൊ അവരുടെ കൾച്ചർ ഉണ്ട് അത് അതേമാതിരി ബാഡ്ജിലാണ് വരത് അപ്പൊ അത് കൾച്ചറാണ് മുറുക്കാൻ പാടില്ല സിഗരറ്റ് വലിക്കാൻ പാടില്ല തലമുടി ചീന്തിയിട്ട് വരാൻ പാടുള്ളൂ അതേമാതിരി ഓരോരോ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതെന്താ വെച്ചാൽ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യും നമുക്കറിയാം അയാളെ കാണുമ്പോൾ അയാളെ എവിടെ ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലായാം ആണായാലും ശരി പെണ്ണായാലും ശരി ഇവരെവിടെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അവർ കാണുമ്പോൾ തന്നെ അറിയാം ഒന്ന് യൂണിഫോം രണ്ടാമത് അവരുടെ പേഴ്സണാലിറ്റി യൂനോ അവര് അനാ അനാവശ്യമായി സംസാരമൊന്നുമില്ല അപ്പൊ ടാറ്റയിലൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷൂ ഷൂ നോക്കിയിട്ട് നമുക്ക് തലതിയേക്കാം അത്ര ഷൈനിങ് ആയിരിക്കും എല്ലാവരെയും കൾച്ചർ പറഞ്ഞാൽ കോർപ്പറേറ്റിന്റെ ഓരോ കമ്പനിക്ക് കൾച്ചർ ഉണ്ട് അതാണ് പറയുന്നത് പിന്നെ ഇന്റിഗ്രേഷൻ ഓഫ് കോർപ്പറേറ്റ് റിസോഴ്സസ് പിന്നെ വേറെ ഒന്ന് കോംബ്രയ്ക്ക് ദർ നീഡ് ടു സ്പെൻഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം imperative H R M C maximum people motivation hello നമ്മളെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താ അറിയുക നമ്മളെ എല്ലാ ക്രെഡിറ്റും ഓഫീസർമാരെടുക്കും മനസ്സിലായില്ലേ ക്രെഡിറ്റ് നമ്മൾ സബോർഡിനേറ്റ്സ് കൊടുക്കില്ല അത് തെറ്റാണ് സബോർഡിനേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് നീപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് എന്താ പറയണ്ടേ ഇവിടുത്തെ കോവിഡ് വീണാ എന്താ ചെയ്യാൻ പറ്റുക അവിടെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ ഇത് അപ്പൊ നിങ്ങൾ വീണ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ ഞാൻ അവരെടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെയല്ല ഞാൻ പറയുന്നത് എടുക്കാൻ പറ്റുമോ give credit to your subordinate they will be happy they will be motivate should be motivate നല്ല ഒരു ജോലി യെസ് സബാഷ് യു ഡൺ ഗുഡ് അവര് എന്റെ ബോസ് എന്നെ റെക്കഗ്നൈസ് ചെയ്ത് പറഞ്ഞാൽ അപ്പൊ കൂടുതൽ നല്ല ജോലി ചെയ്യും motivation is very very essential number one അത് ചിലപ്പോൾ മണിയായിട്ട് വരും ചില സമയത്ത് നമുക്ക് ചില gift monthly gift best employee award monthly best employee award ഇങ്ങനെ പലതും കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്താൽ ഓരോരോ എംപ്ലോയി അത് നല്ല വിധത്തിൽ പ്രവർത്തിക്കും അവർ ചെയ്യുന്ന ജോലി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും ചെറുതായാലും വലുതായാലും മനസ്സിലായോ അതേമാതിരി ക്രെഡിറ്റ് നമ്മൾ എടുക്കരുത് എന്താ പറയണ്ടേ അവര് അവര് അവർക്ക് കൊടുക്കുക നമ്മുടെ നമുക്ക് നമ്മുടെ എല്ലാ അച്ചീവ്മെന്റും നമ്മുടെ സ്റ്റാഫിന് കൊടുക്കും അതാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ ഒരു അതെ നിങ്ങൾ as A officer ultimate you are responsible അതിനെ പറ്റിയിട്ടല്ല പറയുന്നത് നിങ്ങൾ നല്ല പ്രവർത്തനം കാഴ്ച പക്ഷേ അവരുടെ എല്ലാം ഇത് ചെയ്തിട്ട് ഇതിന്റെ കഴിവല്ലേ ഇത് അവസാനം വരുന്നത് അല്ലെങ്കിൽ ഇല്ലല്ലൊന്നും പിന്നെ H R M is imperative function H R M maximum policy motivation ഞാൻ പറഞ്ഞു എന്താണ് ഗ്രീവൻ റീഡ്രസൽ നോക്കൂ കമ്പനിയിലെ പല ഗ്രീവൻസസ് ഉണ്ടാവും അതായത് എന്തൊക്കെ ഗ്രീവൻസ് നിങ്ങളുടെ ബുക്കിലില്ല ഞാൻ പറയാം ചിലവർ പറയും ഓഫീസ് ടൈം ഇത് ഇങ്ങനെയല്ല വേണ്ടത് ചിലവർ അപ്പൊ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് grievance box grievance redressal box കൊണ്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിലെ ബോക്സ് മാതിരി ഓഫീസിന്റെ ആ റെസിസ്റ്റന്റ് അവിടെ വെച്ചിട്ടുണ്ട് ബോക്സ് നിങ്ങളുടെ കംപ്ലൈന്റ് എന്തെങ്കിലും ഒന്ന് കൈക്കൊണ്ടിടാം ശമ്പളം ശരിയല്ല എന്നെക്കാളും സീനിയറായ അല്ല ജൂനിയർ ആയ ആൾക്ക് ജൂനിയറായ ആള് എന്നെക്കാളും സാലറി മേടിക്കുന്നു എൻ്റെ സെയിം പോസ്റ്റ് എന്റെ അത്ര ക്വാളിഫിക്കേഷൻ പോലും ഇല്ല ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വരും മനസ്സിലായോ ബോണസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ബോണസ് കിട്ടുന്നില്ല ഞാനാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തത് പക്ഷെ കിട്ടിയത് മറ്റുള്ളവർക്കാണ് ഓവർ ടൈം എനിക്ക് കിട്ടുന്നില്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേമാതിരി വരും അപ്പോ എന്താണ് ചെയ്യേണ്ടത് ആ അതും എച്ച് ആർ മാനേജർ തലയിലാണ് പത്ത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ പെട്ടി ഒന്ന് തുറക്കുക നമ്മുടെ ശബരിമലയിലെ ഭണ്ഡാരം വരികയാണിത് അതേമാതിരി ഇത് തുറക്കുക അപ്പോ തുറക്കുമ്പോൾ സൂക്ഷിക്കണം അതിന് മുമ്പ് ഒരു കമ്മിറ്റി വേണം കേട്ടോ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി അതും എച്ച് ആർ ഹെഡായിരിക്കണം ചെയർമാൻ അത് ഓർമ്മിക്കണേ അതിൽ മെമ്പേഴ്സ് ഫൈനാൻസിലത്തെ റെപ്രസെന്റേറ്റീവ് വേണം പ്രൊഡക്ഷന്റെ കാരണം എല്ലാം എല്ലാം പ്രൊഡക്ഷൻ റിലേറ്റഡ് ഒക്കെ വന്നില്ലേ ബാറ്ററി മാർക്കറ്റിംഗിന്റെ റെപ്രസെന്റേറ്റീവ് പർച്ചേസിന്റെ റെപ്രസെന്റ് അങ്ങനെ നാലഞ്ച് ആള് അതിലേക്കുണ്ടാവും അപ്പൊ അവര് ഇത് അത് കഴിഞ്ഞിട്ട് ഇതിന് ഓരോ സീരിയൽ നമ്പർ വയ്ക്കും ഗ്രീവൻസ് അത് അവര് നോക്കും എന്താണ് എന്താണെന്ന് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലെങ്കിൽ അത് പക്ഷേ you to give the answer for no this we cannot agree because of this communicate ചിലപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റില്ല ശരിക്കും അവരുടെ പക്ഷെ കമ്മ്യൂണിക്കേറ്റിനും ദിസ് ഈസ് ദ റീസൺ അപ്പൊ അവർ ഹാപ്പി ആയിരിക്കും പക്ഷെ നിങ്ങൾ മിണ്ടാതിരുന്നു വെച്ചാൽ അവരെന്ന് വിചാരിക്കുക അപ്പൊ ഇതൊക്കെയാണ് communication should flow vertically horizontally ഒക്കെ വേണം പിന്നെ ഗ്രീവൻസ് റീറ്റർ അതെ പിന്നെ വേറെ കാര്യം ഈ ഗ്രീവൻസ് ഇങ്ങനെ മേപ്പെട്ട് കൊണ്ടുപോകരുത് എന്താ അറിയുക സോൾവ് ചെയ്യാതെ അങ്ങനെ പോകരുത് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ ഒരു അവിടെ ആരെങ്കിലും അബ്യൂസ് ചെയ്തു അല്ലെങ്കിൽ അടിച്ചു വേറെ എന്തെങ്കിലും വിചാരിക്കാം ഇത് ഇങ്ങനെ എൻക്വയറി ഇങ്ങനെ അഴിഞ്ഞു കഴിഞ്ഞ് ഇവിടെ നടക്കുന്നില്ല കാര്യങ്ങൾ അതേമാതിരി ഇങ്ങനെ അഴിഞ്ഞ് കഴിഞ്ഞ് അഴിഞ്ഞ് അഴിഞ്ഞ് പോയിട്ട് രണ്ടു കൊല്ലായി മൂന്ന് കൊല്ലായി നാല് കൊല്ലായി എന്ത് പ്രയോജനം timely completion it is required അപ്പൊ അതും ഒരു ഇമ്മീഡിയറ്റ് റെസൊല്യൂഷൻ ആണ് വേണ്ടേ അപ്പൊ ഗ്രീവൻസ് എന്തുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സോൾവ് ചെയ്യണം അതല്ല എങ്കിൽ അത് ഹാനികരമായി പരിണമിക്കും അതായത് സ്റ്റാഫിന് ടെൻഷൻ കൂടും ഞാൻ എന്തിനു ജോലി ചെയ്യണം ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊരു മനസ്സിലേക്ക് വരും അത് പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യും മാനസിക പ്രശ്നം ഉണ്ടാക്കും അതിനേക്കാളും ഭേദം പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് തീരുമാനിച്ച് അതിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതാണ് പ്രശ്നം പിന്നെ പല പല വിധത്തിലുള്ള ഗ്രീവൻസ് ഉണ്ടാവും കേട്ടോ യൂണിഫോം വാഷിംഗ് അലവൻസ് ഇല്ല ഷിഫ്റ്റ് അലവൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ക്യാൻറ്റീനിലെ അവിടെ ഞങ്ങളുടെ അവിടെ അവിടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഭക്ഷണം ഭക്ഷണത്തിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതായത് പിന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുക എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അപ്പൊ ആ ക്യാൻറ്റീൻ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നോക്കണം എവിടെ എപ്പോഴും ക്യാൻറ്റീനിലെ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ എവിടെ ആരാണെന്ന് നോക്കണം മെജോറിറ്റി വർക്കേഴ്സ് അതനുസരിച്ചുള്ള ഭക്ഷണമാണ് ശരിക്കും വേണ്ടത് അല്ലാണ്ട് നമ്മുടെ റൈസും സാമ്പാറും കൊണ്ടുപോയിട്ട് നമ്മൾ ചില സമയത്ത് ഉത്തരാഖണ്ഡിലും മറ്റേതേമാതിരി സാമ്പാർ എല്ലാവരും ഇപ്പൊ ഇപ്പൊ കഴിക്കും അതിലാണ് പറഞ്ഞത് അപ്പൊ ഞാനൊക്കെ പോകുന്ന സമയത്ത് ഒരു കൊല്ലം റൈസ് കഴിച്ചില്ല അവിടെ ഇല്ല റൈസ് ഒരു കൊല്ലം ചപ്പാത്തി ഓക്കെ അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ ക്യാൻറ്റീൻ ആണെന്ന് വെച്ചാൽ ആ സമയത്ത് അതായത് അവിടുത്തെ ഏറ്റവും മാക്സിമം ആരുമായിരിക്കും നമ്മൾ കറികൾ അവർക്ക് ഇഷ്ടപ്പെട്ട കറികൾ അവിടെ കൊണ്ടിട്ട് നമ്മൾ അവയിലും മറ്റേ എന്തൊക്കെ കൊണ്ടിട്ട് അവിടെ കൊണ്ട് അവർക്ക് അറിയാം ഇതിനെ പറ്റിയിട്ട് അവർ തിന്നാൻ പോലും അറിയില്ല അവർ പപ്പടം പൊട്ടിക്കുന്നതിന് സ്പൂൺ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കാൻറ്റീനിൽ ഉണ്ടാക്കണം അതാണ് ഇത് ഒന്ന് പിന്നെ ഈ ക്യാൻറ്റീൻ്റെ ഗ്രീവൻസ് കണ്ടമാനുണ്ടോ ചപ്പാത്തി കരിഞ്ഞു അല്ലെങ്കിൽ റൈസ് ശരിയല്ല കല്ല് അതേമാതിരി ധാന്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ അത് മോശമായിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സോൾവ് ചെയ്യണം പെട്ടെന്ന് എല്ലാം അപ്പൊ അത് ക്യാരി ഫോർവേഡ് ചെയ്യരുത് കാരണം ഉണ്ടാക്കുന്ന ചപ്പാത്തി മുഴുവൻ കരിഞ്ഞിട്ടായിരിക്കും അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ക്യാൻറ്റീൻ്റെ സെക്രട്ടറിയേക്കും വരുന്നു ചപ്പാത്തി ഒരു നോട്ടീസ് ബോർഡ് ഇട്ടിയായിരുന്നു വന്നിട്ട് ചെയ്തു sir please take look into the matter എന്ന് പറഞ്ഞിട്ട് എനിക്ക് അഡ്രസ് ചെയ്തൊരു ചപ്പാത്തി നോട്ടീസ് ബോർഡ് ഉണ്ടായിരുന്നു കരിഞ്ഞ ചപ്പാത്തി അതിന്റെ അർത്ഥം എന്താ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ടല്ല ചപ്പാത്തി കരിഞ്ഞത് അത് തിന്നാൻ പറ്റുമോ കാശ് കൊടുത്ത് വേണം ചപ്പാത്തി അത് നടുക്കിൽ മുഴുവൻ മുഴുവൻ നമ്മുടെ ദ്വീപുമാരിയായിരുന്നു കംപ്ലീറ്റ് കരിഞ്ഞിട്ടേ അപ്പൊ അതേമാതിരിയുള്ള ഗ്രീവൻസ് അതേമാതിരി ഇപ്പൊ റിപ്പീറ്റ് ചെയ്താൽ ചെയ്യും റിപ്പീറ്റ് ചെയ്താൽ പിന്നെ പ്രശ്നമായിട്ട് പരിണമിക്കില്ലേ അപ്പൊ അത് നമ്മൾ കഴിയുന്നതും ഹ്യൂമൺ ഇതൊക്കെ ഉണ്ടല്ലോ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് അത് നോക്കുക then H R M is people oriented എല്ലാം നിലകൊള്ളുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് H R M next tangible quantifiable benefit result tangible നമ്മൾ എന്ത് ചെയ്യുന്നു അത് ക്വാണ്ടിഫയബിൾ ആണ് പിന്നെ ടാഞ്ചിബിൾ ആണ് കാണാൻ പറ്റും എച്ച് ആർ എന്ത് ചെയ്യുന്നു കാണാൻ പറ്റും പോളിസി എല്ലാം ബോണസ് കൊടുക്കുന്നു കാണാൻ പറ്റും ഓവർ ടൈം കൊടുക്കുന്നു കാണാൻ പറ്റും യൂണിഫോം കൊടുക്കുന്നു കാണാൻ പറ്റും ക്യാൻറ്റീനിൽ ഇത് കൊടുക്കുന്നു കാണാൻ പറ്റും എല്ലാം കാണാൻ ടാഞ്ചിബിൾ ആണ് എല്ലാം എച്ച് ആർ ഒന്നും ട്രാൻസ്പെറന്റ് അല്ല നമ്മൾ കാണാൻ ഐഡ് ചെയ്യാൻ ഒന്നും പറ്റില്ല എച്ച് ആർ എമ്മില് മനസ്സിലായില്ലേ പിന്നെ കാരണം മറ്റുള്ളവർക്ക് അനു ഒരാൾക്ക് കൊടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എച്ച് ആർ എമ്മില് ഒരാൾക്ക് യൂണിഫോം കൊടുത്തു മറ്റേ കൊടുക്കാതിരിക്കാൻ പറ്റുമോ യെസ് അപ്പോ H human resource management function is important public as well private അപ്പോ നോക്കൂ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രൈവറ്റിലും ഗവൺമെന്റിലും വേണം കേട്ടോ പ്രൈവറ്റിലും വേണം അയ്യോ ഹ്യൂമൻ ചിലവർ വിചാരിക്കും കേട്ടോ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാണ് എന്ത് ഇത് എന്തിനാ കാജൽ വാക്കുന്നത് എന്തിനാ ഹ്യൂമൻ റിസോഴ്സസ് ഇടപെട്ട് പാടുന്നത് ഇനി ഞാൻ എൻ്റെ ഒരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ where there is no H R M H R department or personnel department that unit or organisation cannot progress. Take it from me who will take care of the work who will ensure the service benefits, who will maintain their personal records, who will settle the you know uh, terminal benefits, who will give the promotion, who will give the increment, hr department ഡിപ്പാർട്ട്മെന്റ് വേണ്ടേ പിന്നെ വേറൊരു ധാരണയും കൂടി ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ അതെല്ലാം പ്രാക്ടിക്കലായിട്ട് ഞാൻ നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലം കൊണ്ടാണ് പറയുന്നത് ഇതാ കേട്ടോളൂ appo നമ്മുടെ ചില ടെക്നിക്കൽ നമ്മുടെ Indian space research organisation defence research development organisation ഒരു അനവധി അനവധി അനവധി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് institution of institutes of national importance അവിടെ എല്ലാം ടെക്നിക്കലാണ് ആളുകൾ scientific officer great distinguished scientist ഒരു ധാരണയുണ്ട് ഞങ്ങളെ ഇവിടുത്തെ രാജാക്കന്മാരെന്ന് H R A Y what nonsense H R like that അങ്ങനത്തെ ഒരു ധാരണയുണ്ട് ഏറ്റവും ഞങ്ങളാണ് ഇവിടുത്തെ ഞങ്ങളാ റോക്കറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ സാറ് നമ്മുടെ അബ്ദുൽ ഒക്കെ ഉള്ള സമയത്ത് കാര്യം കൂടി ഞാൻ പറഞ്ഞത് കേട്ടോ ഞങ്ങളാണ് റോക്കറ്റ് ഉണ്ടാക്കുക റോക്കറ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ബുദ്ധോ മേപ്പെട്ട് ആരുണ്ടാക്കുന്നത് ഹ്യൂമൻ അല്ലേ നമ്മുടെ സ്റ്റാഫല്ലേ സ്റ്റാഫിനെ ആരാ റിക്രൂട്ട് ചെയ്യുന്ന ഇയാളാണോ അബ്ദുൽ കലാമാണോ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആരെ ചെയ്യുന്ന അവസാനം ചിലപ്പോൾ പേഴ്സണൽ ഇന്റർവ്യൂകൾ ചെയ്യും അത്രയേ ഉള്ളൂ അപ്പൊ ആരാ ക്വാളിറ്റി എംപ്ലോയീസിന് അവിടെ കൊടുക്കുന്നത് ആരാ എച്ച് ആർ അല്ലേ അവർ അവരുമുണ്ട് അതിന് ട്രെയിനിങ്ങിന് പറഞ്ഞേക്കുന്ന ആരാ പിന്നെ എച്ച് ആർ അല്ലേ എവിടെ പറഞ്ഞേക്കണ ഫോറിൻ കൺട്രീസ് അപ്പൊ ആരാ ബോണ്ട് എടുക്കുന്നത് ആരാണ് എച്ച് ആർ അല്ലേ അപ്പൊ ചിലവർക്കുണ്ട് ഞാൻ ഇത് ഫേസ് ചെയ്താണ് ഏ what no use H R department what വേണ്ടി ഡു ആർ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ അങ്ങനെ ഒരു വിചാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അർത്ഥം ടെക്നിക്കലി വളരെ അവര് വളരെ നല്ലതാണ് ടെക്നിക്കലി പക്ഷെ എച്ച് ആറും എച്ച് ആർ ഒന്നും ഈക്വലി വളരെ ഇതാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കിക്കോളൂ എന്തൊക്കെയാണ് എച്ച് ആറും കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ചാലഞ്ചസ് ആണ് നമുക്ക് റീറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് ഒക്കെ പോകണം ഇനി ഞാൻ ഒറ്റ കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ പോട്ടെ നിങ്ങൾക്ക് എച്ച് ആറിന്റെ കാര്യം പറഞ്ഞില്ലേ ഇനി ഒരു ചോദ്യം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ട് കേരളത്തിൽ അല്ലേ രാജീവ് എന്നും കാണാം പത്രത്തില് ആ ആ എഡ്യൂക്കേഷൻ സോറി നമ്മുടെ industry minister industry minister sorry sorry <laughs> my missus rectified. Sorry, I, I was knowing that he belongs to our place only. Rajiv, Industry Minister. Can I ask one question to you? From IIT Palakkad, IIM Kozhikode, 100% placement is there. With several lakh salary, touching sometimes crore but nobody is ready to work either in Kerala or in India. What steps the government of Kerala or the industry ministry has taken to preserve this highly talented, world class professionals in the country? ഇത് നിങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി ഏതെങ്കിലും കേരളത്തിലെ I I T I M L work ചെയ്ത ആളുകൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പിടിക്കും ഒക്കെ ക്യാമ്പസ് ഇൻ്റർവ്യൂ എടുത്തിട്ട് എല്ലാം സോറി ഇത് സെലക്ഷൻ കഴിഞ്ഞിട്ട് ഒക്കെ പുറത്തു പോയിരുന്നു അല്ലേ എന്താ പിന്നെ അപ്പോ പക്ഷേ ഒരു കാര്യം അവർ പറഞ്ഞ കാര്യമില്ല അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല ചിലപ്പോഴേ അതിനുള്ള സാഹചര്യം ആരാ സൃഷ്ടിക്കുക അത് വാ നമ്മൾ ഈ പ്രസംഗിച്ചാൽ മാത്രം പോരല്ലോ പ്രവർത്തനത്തിലൂടെ കാണിക്കണ്ടേ അപ്പൊ അത് നമ്മള് അവർക്ക് ജോലി അത് സൂട്ടബിൾ ആയുള്ള ജോലി ഉണ്ടെങ്കിൽ എല്ലാവരും പോകും കാരണം അവര് ആരാ ഐ ഡിയിൽ വരുന്നത് ഏറ്റവും നമ്മുടെ ഇന്ത്യയിലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ് തല അവരാണ് അവർക്ക് പത്ത് പൈസ ചെലവില്ല ഓർക്കണേ ഒരു ഐ ഐ ടി സ്റ്റുഡന്റിന് അമ്പത് ലക്ഷത്തിൽ അറുപത് ലക്ഷം നമ്മുടെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ചിലവാക്കണം അവർക്ക് വേണ്ടിയിട്ട് അമ്പത് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെ പക്ഷേ അവരുടെ സെമിസ്റ്റർ കഴിയുന്നതിന് മുമ്പേ ഫോറിന്ന് ഇങ്ങോട്ട് വരും ഒരു പ്ലെയിനിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ വരും ഇമെയിലാണല്ലോ ഇപ്പൊ ദാ we are coming here kindly appear just for two minutes interview two two two minutes അവിടെ പോയി ആദ്യം ചോദിക്കണം എന്തറിയാ അവർ salary structure is this anything you have got any suggestion to make ഞങ്ങളുടെ ശമ്പള സ്ട്രക്ചർ ഇതാണ് എന്താ പിടിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിക്കുന്നു ഇത് ഇപ്പം കണ്ണു കാണുമ്പോൾ തന്നെ കണ്ണ് കണ്ണു തള്ളും ചിലപ്പോൾ ലക്ഷക്കണക്കിലല്ലേ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കേരളത്തില് ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉണ്ടായ നമ്മുടെ മണ്ണ് കൊടുത്തത് പാലക്കാട് ഇതും കോസ്റ്റ്ലി നമ്മുടെ ലാൻഡും കൊടുത്തിട്ട് നമ്മുടെ സ്റ്റേറ്റിനോ നമ്മുടെ രാജ്യത്തിനോ എന്ത് ബെനിഫിറ്റ് അതേമാതിരിയാണ് I I T Delhi Bombay ഒറ്റ എണ്ണം ഇവിടെ എന്താ പറയണ്ടത് വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് അതാണ് അതൊക്കെ നമ്മൾ പക്ഷെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള ഇൻവോൾവ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അത്രയും ഞാൻ പറഞ്ഞു നമ്മൾ ആരും കുറ്റം പറയല്ല ശമ്പളം കാരണം അവർക്ക് നല്ല ശമ്പളം കൊടുക്കേണ്ടി വരും അതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ സ്റ്റേറ്റ് ഗവൺമെന്റിന് പറ്റില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന് പറ്റില്ല കാരണം അത്ര ശമ്പളം കൊടുത്താലാണ് ഒരു ചെയ്യാൻ പറ്റൂ പിന്നെ ഇൻവേർട്ടഡ് കോമ പെട്രിയോട്ടിസം പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ വേർഡ് ഉണ്ട് കേട്ടോ അതുകൂടി വേണം പെട്രിയോട്ടിസം രാജ്യസ്നേഹം അതുകൂടി വേണം പറയട്ടെ അതായത് ശമ്പളവും ജോലിയും അല്ല പ്രധാനം ഒക്കെ വേണം നമ്മുടെ ജീവിതം നിലവാരം വേണ്ടി മേപ്പെട്ട് കൊണ്ടുപോകാനും കീപ്പിട്ട് കൊണ്ടുപോകാനൊക്കെ ഓണം അതിനേക്കാളും ജീവിതം നമ്മുടെ രാജ്യസേവനമുണ്ട് Professor M. D. K. Menon, yet Kevin go to the salary when you are on a California. I had a put on the Why don't you use your brain here in India so that India will escape? I had yes, I am a true patriot. And he came here, set up these scientific laboratories in India. Many, many." പലര് എന്ത് ജോബ് കിട്ടാലും അബ്ദുൽ കലാം ഇവിടെ പോറിൽ പോയ കൂടുതലൊന്നും പോയിട്ടില്ലല്ലോ എടെ അബ്ദുൽ കലാം അതെ അധികം പോയിട്ടില്ല അത് പെട്ടുപിടിച്ചാണ് അദ്ദേഹത്തിന് അപ്പൊ എന്നാൽ ചിലവരുണ്ട് എന്ത് തന്നെ ശരി എനിക്ക് ഇത്ര ശമ്പളം ഞാൻ ഇവിടെ ചെയ്തോളാം എനിക്കിവിടെ ഭക്ഷണം കിട്ടിയാൽ മതി എന്ന് അങ്ങനെയുണ്ട് ചിലവര് പിന്നെ ചിലവരുണ്ട് എനിക്ക് ഇരുപത്തി ആറ് നല്ല ബിൽഡിംഗ് കിട്ടണം അല്ലെങ്കിൽ പതിനഞ്ച് കാറ് വേണം എന്ന് പറഞ്ഞിട്ട് ചിലരുണ്ടല്ലോ അങ്ങനത്തവർക്കാണ് ഈ ദുരാഗ്രഹം കൊണ്ടാണ് പോകണം എന്നിട്ട് ഒരു ദിവസം ഭയപ്പെടുന്നു സ്വാഹ ഇതും കൂടി ഉണ്ട് അപ്പൊ നമ്മളെന്താ ചെയ്യണച്ചാ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചാൻസുകളൊക്കെ പക്ഷെ നമ്മൾ പോയിട്ടില്ല പിന്നെ വേറെ കാര്യം പിന്നെ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾ ഞാൻ പറയട്ടെ ഇത്തരത്തിലുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കേരളത്തിലെ Bindu they should get advice from this type of experts and try to improve the standard of higher education in Kerala so that it will be beneficial അല്ലാതെ എന്താ പറയണമെന്ന് വെച്ചാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം മുടക്കൊണ്ടിരിക്കുക അതല്ല അവരത് ഇത്തരത്തിലുള്ള ഹൈലി ടാലന്റഡ് ആയ ആളുകളെ കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതേമാതിരി ആളുകളെ കൊണ്ടുവന്ന് varieties engineering I I T Delhi പല Palakkad management I M Kozhikode ഇവിടുത്തെ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമാണ് ഇവരൊക്കെ അങ്ങനെയല്ലേ നമ്മുടെ എഡ്യൂക്കേഷൻ മേപ്പെട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ പിന്നെ objectives of H R H R H R M സൊസൈറ്റിയിൽ ഓബ്ജക്റ്റീവ് നമ്മുടെ അതായത് സമൂഹത്തിന്റെ H R M objectives and supporting mission സൊസൈറ്റിയിൽ ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ ലീഗൽ കംപ്ലയൻസ് അതായത് സാലറി ശരിക്ക് കൊടുക്കുന്നുണ്ടോ അതായത് ആയിരം പേര് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഏഴാം തീയതി ശമ്പളം കൊടുത്തോളണം ഏഴാ ആയിരത്തിൽ മീതെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പത്താം തീയതി മുമ്പേ ശമ്പളം കൊടുത്തോളണം മിനിമം വേജസ് കൊടുക്കണം ഓവർ ടൈം ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുക്കണം തന്നെയാണ് നിയമപ്രകാരമായിട്ടുള്ള എല്ലാം പി എഫ് കട്ട് ചെയ്യണം E e S I cut ചെയ്യണം പ്രൊഫഷണൽ ടാക്സ് കട്ട് ചെയ്യണം ഇൻകം ടാക്സ് കട്ട് ചെയ്യണം അതാണ് നിയമങ്ങൾ പിന്നെ ബെനിഫിറ്റ് പിന്നെ എന്തേ ബെനിഫിറ്റ് അപ്പൊ നമ്മുടെ ഗ്രോ സാലറിയിലെ എല്ലാ ബെനിഫിറ്റും വരും അതായത് നമ്മുടെ ഇത് എന്താ പറയണ്ടത് ഹൗസ് റെന്റ് അലവൻസ് നമ്മുടെ medical allowance transport allowance children education fund നിങ്ങൾക്ക് പഠിക്കാൻ അതുമുണ്ട് അങ്ങനെ പല പല അലവൻസുകളൊക്കെ ഗ്രോത്ത് സാലറി വരും പിന്നെ യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻ അതാണ് സോഷ്യൽ സൊസൈറ്റിയൽ ഒബ്ജക്റ്റീവ്സ് വരുന്നത് ഇനി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് വരുന്ന human resource planning employer relation selection training and development appraisal placement assessment നിങ്ങളുടെ പെർഫോമൻസ് അസസ്മെന്റ് അതിനാണ് പിന്നെ പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങളെ അപ്രോപ്രിയേറ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അതാത് സ്ഥാനത്ത് വെക്കുക അതാണ് പ്ലേസ്മെന്റ് കേട്ടോ പിന്നെ പേഴ്സണൽ ഓബ്ജക്റ്റീവ് അതായത് ട്രെയിനിങ് ഡെവലപ്മെന്റ് നിങ്ങളുടെ പേഴ്സണൽ ഓബ്ജക്റ്റീവ് നിങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾ തന്നെ ശ്രമിക്കേണ്ട ആദ്യം ഹലോ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണ്ടേ അതായത് ഒരു നിങ്ങളൊരു പുതിയൊരു ഒരു പോസ്റ്റ് എടുത്തു വിചാരിക്കുക അപ്പൊ ആ പോസ്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ അതിനൊക്കെ നമുക്ക് ട്രെയിനിങ് വേണം പിന്നെ അപ്രൈസൽ പ്ലേസ്മെന്റ് കോമ്പൻസേഷൻ അസസ്മെന്റ് ഇതൊക്കെയാണ് പിന്നെ primary research and development scope എന്താണ് lay off lay off lay off നിങ്ങൾക്കറിയാവുന്ന അതായത് പേഴ്സണൽ ആസ്പെക്ട് അതായത് scope of H R M personal aspect concerned with manpower planning recruitment selection placement transfer promotion training and development lay off retrenchment lay off എന്ന് പറഞ്ഞാൽ discharge of worker temporarily or permanently because of shortage of work ഒന്നും കൂടി പറയാം lay off lay off discharge of worker discharge a worker temporarily or permanently because of shortage of work next retrenchment the redu reduction of cost or spending in response of, uh, to income uh, economic difficulty sometimes what happened we are uh, you know because of economic problem we are reducing the staff strength and uh, uh, we are curtailing the total manpower and other things. So we are giving some retrenchment of this thing and some compensation is also given. You can go, we will give this much compensation like that. Welfare aspect. It's a welfare aspect. Sadhavaram get to control it on. Anayad, factory act program, canteen vanam, industrial canteen. മുന്നൂറ് പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് പേരോ ഇരുന്നൂറ്റമ്പത് പേരോ എന്തുണ്ടെങ്കിലും വെൽഫെയർ ക്യാൻറ്റീൻ വേണം അതിന്റെ പുറമെ ക്രച്ച് വേണം കുട്ടികൾക്ക് സ്ത്രീകൾ ഇരു മുപ്പത് മീത സ്ത്രീകൾ ഉണ്ടെങ്കിൽ ക്രച്ച് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം കമ്പനിയുടെ എക്സ്പെൻഡിച്ചറെ പാല് ബിൽഡിങ് കൊച്ചുകുട്ടിക്കുള്ള കിടക്കാനുള്ളതും മറ്റേതൊക്കെ ആയ സെർവന്റ് ഇതെല്ലാം കമ്പനി കൊടുക്കണം അത് കമ്പനിയുടെ അടുത്തായിരിക്കണം ഈ ബിൽഡിങ് അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള പൂർണ്ണ സംതൃപ്തി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലാണ് കുട്ടിയെന്ന് വെച്ചാൽ കുട്ടി വീണോ അല്ലെങ്കിൽ പാല് കുടിച്ചോ ബിസ്ക്കറ്റ് തിന്നോ ഇതെല്ലാം എക്സ്പെൻഡിച്ചറെ കമ്പനി കൊടുക്കണം അതായത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും മിൽക്ക് ബിസ്ക്കറ്റ് എക്സെട്ര എല്ലാം ഇപ്പൊ ഐ ടി കമ്പനി നോക്കിയിട്ട് കേട്ടോ പിന്നെ education health safety recreation housing വീട് വീട് വെച്ച് കൊടുക്കണമല്ലോ ഇപ്പൊ റെയിൽവേ കാണാനല്ലേ നിങ്ങൾക്ക് പോഷൻ ടെലിഗ്രാഫ് വീട് നമ്മുടെ ഓരോ സ്റ്റാഫിന്റെ ഉണ്ടല്ലോ പല പല H M T F A C T അവരൊക്കെ പല ഉണ്ട് തോന്നുന്നുണ്ട് അവരുടെ ഒക്കെ കാണാമല്ലോ റെയിൽവേ ഒക്കെ കാണാമല്ലോ അപ്പൊ അത് കാരണം ദൂരത്തേക്ക് നിങ്ങൾ പോകണ്ട അപ്പൊ അത് പിന്നെ ലഞ്ച് റൂം ഭക്ഷണം കഴിക്കാനുള്ള റൂം മെഡിക്കൽ അസിസ്റ്റന്റ് എന്താ medical assistant ambulance room medical assistant പറഞ്ഞ ഹോസ്പിറ്റലിലല്ല അതായത് ഓഫീസിന്റെ ഉള്ളിൽ തന്നെ താൽക്കാലിക ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് ശ്വാസം കിട്ടുന്നില്ല പെട്ടെന്ന് അതിനുള്ള ഓക്സിജൻ ഇതൊക്കെ എല്ലാം എടുത്തിട്ട് അതിനുള്ള ടെമ്പററി ഒരു ഡിസ്പെൻസർ മറ്റൊക്കെ ആയിട്ട് അതാണ് പിന്നെ സെറ്റിൽമെന്റ് ഡിസ്പ്യൂട്ട് ആയി പിന്നെ എഡ്യൂക്കേഷൻ ഹെൽത്ത് സേഫ്റ്റി എന്താ റീക്രിയേഷൻ ക്ലബ്ബ് അതായത് വേറൊരു ബിൽഡിങ് അല്ലെങ്കിൽ നമ്മുടെ വലിയ ബിൽഡിങ്ങൾക്ക് അതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിലോ ലൈബ്രറി മാഗസീൻ അതേമാതിരി ക്യാരം ബോർഡ് അതേമാതിരിയുടെ ഇത് ഉണ്ടല്ലോ നമ്മുടെ യോഗ ഇതൊക്കെ ചെയ്യാനുള്ള ഇത് അതാണ് റീക്രിയേഷൻ യോഗ ഒക്കെ പിന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻ പറഞ്ഞതാണ് ഓൾറെഡി ഇനി എന്താണ് എംപ്ലോയി ഹയറിംഗ് എംപ്ലോയി എങ്ങനെയാ ഇപ്പോ അനവധി കോൺട്രാക്ട് ബേസിസിൽ ഹയർ ചെയ്യുന്നുണ്ട് കൺസൾട്ടന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് റെഗുലർ ആയിട്ട് വളരെ കമ്മിയാണ് ഗവൺമെന്റിലും ഇപ്പൊ കോൺട്രാക്ട് ബേസിസിലാണ് നാല് കൊല്ലം അഞ്ചു കൊല്ലം ഐ ടിയിലും പിന്നെ പറയേണ്ട ആവശ്യമില്ല മുഴുവൻ എന്താണ് റെഗുലർ എംപ്ലോയ്മെന്റ് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് കാണുമ്പോൾ ഈ പി എസ് സിയുടെ ഒക്കെ എന്താ ദൈവത്തിന് മാത്രം അറിയൂ അപ്പൊ അതുകൊണ്ട് പിന്നെ ഹയറിങ് പക്ഷെ ഹയറിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൂട്ടബിൾ പേഴ്സണെയാണോ നമ്മൾ ഹയർ ചെയ്യുന്നത് കമ്പനിക്ക് ആവശ്യമായ വിധത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം അതനുസരിച്ചിട്ടായിരിക്കും പിന്നെ എംപ്ലോയി ആൻഡ് എക്സിക്യൂട്ടീവ് റിമ്യൂണറി ഓഫീസർമാർക്ക് നല്ല ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഓഫീസർമാർ അവിടെ ഉണ്ടാവില്ല ഓഫീസർമാരുടെ റോള് ഭയങ്കരല്ലേ അവർക്ക് നല്ല ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവർ നിൽക്കും ഒരു കമ്പനി സെക്രട്ടറി അയാൾക്ക് എത്ര ഡ്യൂട്ടിയാണ് ഫങ്ഷണൽ റെസ്പോൺസിബിലിറ്റിയാണ് അയാൾ നല്ല ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവിടെ ഇരിക്കുകയുള്ളൂ ചീഫ് ലോ ഓഫീസറാണ് അയാൾ കംപ്ലീറ്റ് ഉരുൾപെട്ടി റെസ്പോൺസിബിലിറ്റി അയാൾക്ക് അപ്പോൾ നല്ല ശമ്പളം കൊടുക്കണം എക്സിക്യൂട്ടീവ്സിന് മോട്ടിവേഷൻ പറഞ്ഞു എംപ്ലോയി മെയിൻ്റനൻസ് പറഞ്ഞു ഇൻഡസ്ട്രിയലൈസേഷൻ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറഞ്ഞു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഇനി പറയാനുള്ളത് organisation structuring design merger overseeing diversification പല കമ്പനികളും മെർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുത് വലുതാക്കുന്നത് വലുതെന്ന് ചെറുതിലേക്ക് ഈ കമ്പനി ആ കമ്പനി ആ കമ്പനി ഈ company to survive because of the very big competition. Okay. Okay പിന്നെ അടുത്ത് yes merger overseeing diversification expansion scheme managing implication globalisation down downsizing downsizing പറഞ്ഞ എംപ്ലോയിയെ വെട്ടിച്ചുരുക്കുക അപ്പൊ നോക്കൂ ഇപ്പൊ ഞാൻ പറയാം എന്താണ് എക്സാമ്പിളോട് കൂടി കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് തലയിൽ കയറും അതായത് നോട്ട് കീപ്പിംഗ് വെൽ അതാണ് വെയിറ്റ് അതായത് ഡൗൺ സൈസിങ് എന്ന് പറഞ്ഞാൽ നോക്കൂ നമ്മുടെ ബി പി സിയിൽ അത് വിൽക്കാൻ പോവാണ് ഈ എടുക്കുന്ന ആള് ഈ ബി പി സിയിൽ വിറക്കുന്ന ആയിരക്കണക്ക് ആളുകളൊന്നും എടുക്കില്ല അപ്പൊ അവര് റെഡ്യൂസ് ചെയ്യും ഇതിന് ഡൗൺ സൈസിങ് അവരോട് ഒന്നുമില്ലെങ്കിൽ വി ആർ എസ് എടുത്തോളം പറയും എടുത്തിട്ടില്ലെങ്കിൽ പൊക്കോളം പറയും അപ്പൊ ഏതാ വേണ്ട something is better than nothing ആ എല്ലാവരും എടുക്കില്ലേ തുറക്കല്ലേ അപ്പോ ഒരു ഇരുപതിനായിരം നാല്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം ആളുകൾ ജോലി ഉണ്ട് എനിക്ക് തോന്നുന്നു ഉണ്ട് ഒരു ലക്ഷത്തിന്റെ ആളുണ്ട് ഈ എടുക്കുന്ന ആൾ അഡാണിയും മറ്റേ അഡ്വാണിക്ക് എടുക്കുമോ ഒരു ലക്ഷം ആളെ മാക്സിമം ഇരുപതിനായിരം ആൾ എടുക്കും ബാക്കി എൺപതിനായിരം എടുക്കും ഒന്നുമില്ലെങ്കിൽ വി ആർ എസിൽ പോകണം പോയിട്ടില്ലെങ്കിൽ ഓടിക്കും പിന്നെ അവര് പറയും എന്തോ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ വി ആർ എസ് പോകണം ഞങ്ങൾക്ക് വേണ്ട പിന്നെ വേറൊന്ന് നിങ്ങൾ ആരോടാ ഇത് ചെയ്യ ഒരു മിനിറ്റ് നിങ്ങളുടെ പ്രതിഷേധം ആരോടാ രേഖപ്പെടുത്തുക the hundred percent share of the public sector is by the president of India അപ്പൊ അവരല്ലേ തീരുമാനിക്കാൻ കമ്പനി വിൽക്കണോ വാങ്ങണോ ഒക്കെ അവരല്ലേ തീരുമാനിക്കാൻ നിങ്ങളിപ്പോ കോടതി പോയി നിങ്ങൾ എവിടുന്ന് ജയിക്കാൻ പോണം ജയിക്കില്ല അത് നിങ്ങൾ അവിടേക്ക് നമ്മുടെ മരണം സംഭവിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര നീണ്ടുപോകും ഒരിക്കലും അങ്ങനെ ഇപ്പൊ എത്ര കമ്പനി മറിഞ്ഞു നോക്കൂ ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പേ നമ്മുടെ Indo Indian Indian petrochemical ഉണ്ടല്ലോ ബറോഡ അത് പിന്നെ അത് റിലയൻസ് എടുത്തല്ലോ അപ്പൊ അവിടെയും പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നല്ലോ മോഡേൺ ഡ്രഡ് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക് അണ്ടർടേക്കിംഗ് ആണല്ലോ അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇത് അപ്പൊ എന്നാ ഡൗൺ സൈസിങ് പറഞ്ഞാൽ bringing down the number of staff പിന്നെ ഓക്കെ പ്രോട്ടോകോൾ പിന്നെ വേറൊന്ന് കൺട്രോളിങ് റീസ്ട്ര റീസ്ട്രക്ചറിങ് ആ Now, when this type of people goes out, eh, then the new management has to restructure the organization because the old has gone. Old people have they have gone and the new people have come in their place. So restructuring will take place in that particular organization. Then productivity, R&D, R&D one. R and D എല്ലായിടത്തും ഒന്ന് വേണം ആർ എൻ ഡി ഇല്ലാതെ നമുക്ക് ഫർദർ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇപ്പൊ ഈ കാറൊക്കെ കണ്ടില്ലേ പുതിയ പുതിയ മോഡൽസ് ഒക്കെ വരുന്ന മോട്ടോർ സൈക്കിൾ ഒക്കെ ത്രൂ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ പിന്നെ സർവീസ് ഡെലിവറി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമർ ഫോക്കസ് നിങ്ങൾ എന്തുണ്ടാക്കണോ കസ്റ്റമർക്ക് ഫോക്കസ് ആയിരിക്കണം അല്ലെങ്കിൽ ആരാ വാങ്ങുക പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഫൈനാൻഷ്യൽസിന്റെ ബഡ്ജറ്റിങ് പ്രോപ്പർ ആയിരിക്കണം ബഡ്ജറ്റിങ് കാരണം ബഡ്ജറ്റിന്റെ അപ്പുറം പോകാൻ പാടില്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് ലോസ് ആവും ബഡ്ജറ്റിന്റെ അതിന്റെ പിന്നെ പേഴ്സണൽ പ്രോസസ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം കേട്ടോ സ്ട്രാറ്റജി മാനേജർ ഇൻഫോം വർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ definitely can ask me managing diversity yes ഓരോരുത്തരുടെ culture reference internal sociology implication ഇതൊക്കെ നമ്മൾ ഡൈവേഴ്സിറ്റി അതായത് ഇപ്പൊ നമ്മൾ ഇന്ത്യ എന്താണ് നമ്മുടെ പല സ്റ്റേറ്റുകളും പല നമ്മൾ നമ്മളെങ്ങനെ എല്ലാം നമ്മൾ ജീവിക്കുന്നില്ല എല്ലാവരും കൂടെ ഒരുമിച്ച് അതിന് നമ്മുടെ ഇവിടെയൊക്കെ പല പല പലരും ബംഗാള് ഇവിടുത്തെ വെസ്റ്റ് ബംഗാളിൽ നിന്നും മറ്റോടത്തും ഗുജറാത്തിൽ നിന്നും മറാഠയിൽ നിന്നും ഒക്കെ വന്നിട്ടില്ലേ നമ്മളെ നമ്മളെ അപ്പുറത്ത് പോകും അവിടെയും പോകുന്നില്ലേ നമ്മൾ ഗൾഫിലും പോകുന്നില്ല അപ്പൊ അങ്ങനെ ആ കൾച്ചറിനോട് മിങ്കിൾ ചെയ്തിട്ട് നമ്മൾ ജീവിക്കണം then dissemination people management referring to policy initiative spreading awareness of mobilising support to ensure minimum ഒന്നുമില്ല അല്ലേ ഹൗസ് കീപ്പിംഗ് മെയിൻ്റെനൻസ് പിന്നെ വളരെ clean environment point organisation development performance development recruitment selection task management compensation നോക്കൂ വെൽഫെയർ സ്കീമിൽ പെടുന്ന medical transport leave travel concession group insurance compensation compassionate ground appointment ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് അതുവരെയല്ല നമ്മുടെ ചെങ്ങന്നൂർ എം എൽ എ മരി അതല്ല ചെങ്ങന്നൂർ എം എൽ എയുടെ കണ്ടില്ലേ അതല്ല കമ്പേഷണേറ്റ് ഗ്രൗണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു തെറ്റാണ് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഇത് ഫോട്ടോ നോക്കി എങ്ങനെ വീഴ്ചെന്ന് അവിടെ അവനെ പിരിച്ചുവിടാൻ പറഞ്ഞു കൊടുത്തത് ഗാന്ധി ഒന്നുകൂടി വരുന്നുണ്ട് Kongad Kongad M L A is a not a public servant is a politically ഒരു അഞ്ചു കൊല്ലത്തിന് വേണ്ടി സെലക്ട് ഈസ് നോട്ട് അതും ഒരു കൊല്ലം രണ്ടു കൊല്ലത്തിനുള്ള മരിച്ച് is not a public servant so കമ്പേഷനെ ഗ്രൗണ്ട് അപ്പോയിൻമെന്റ് ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെ തെറ്റായത് പോന്ന വിധിച്ചില്ലേ അവനോട് മാറാൻ പറഞ്ഞില്ലേ അപ്പൊ ഇതാണ് പറയുന്നത് നമുക്കറിയാതെ ഇങ്ങനെ സംഭവിക്കുന്നു കേട്ടോ പിന്നെ കമ്പയർ കമ്പയർ പക്ഷേ ചിലവർക്കുണ്ട് കൊടുത്തേ പറ്റൂ എന്താ കാരണം അറിയോ ഇതിനെ വേറെ അവരുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല കുട്ടികളുണ്ടാവും കല്യാണം കഴിക്കാത്ത മക്ക പെൺമക്കൾ ഉണ്ടായിരിക്കും അച്ഛനും ഉണ്ടായിരിക്കും അവരുടെ മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകൾക്ക് കമ്പേഴ്സൺ ഗ്രൗണ്ട് ഞാനും അത് എത്രയോ ഈവൻ നിങ്ങളെ അറിയാൻ പറയാണ് I was the man who put put up suggestion for this in my company organisation and I was the man who introduce that proposal there and uh, I was the man who got a special award from the management for uh, implementing those policies. And I was also the man who got uh, the maximum satisfaction. Uh, several people afterwards, I never expected this much death will take place. Afterwards, so many people died due to snake bite, accidents, so many things. But on compassionate ground, the other uh, nominees they got jobs. So I am uh, happy that you know whatever suggestion I made, government implemented in my company. Now ESRO still it is, and uh, well, needy people should get. I'm not telling that needy people. Not that MLA. MLA means why uh, wife is getting pension. MLA suppose if he died, then uh, wife is getting the pension. Then where is the question of uh, son? Um, uh, as an engineer, lot of people are working. you know, unemployed people are there to give the അപ്പോ ഹൗസിംഗ് ഉണ്ട് ഇ ഡി എൽ ഐ അത് gratuity E S I P F housing educational allowance loan facility എന്താ സ്മാൾ ഫാമിലി ഇൻസെന്റീവ് ഒരു കുട്ടിക്ക് ഇത് രണ്ട് കുട്ടിക്ക് ഇത് മൂന്ന് കുട്ടിക്ക് ഇല്ല ഒരു കുട്ടിക്ക് പത്ത് ശതമാനം രണ്ട് കുട്ടിക്ക് എട്ട് ശതമാനം അതായത് ഒരു കൺസോൾട്ടഡ് എമൗണ്ട് ആണ് മക്കളൊക്കെ അതായത് ഈ പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അവിടെ ഇൻട്രൊഡ്യൂസ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് ഇല്ലായിരുന്നു ഇപ്പോഴത്തെ അറിയില്ല ഞാൻ ഈ പത്തിരുപത് വർഷമായിട്ട് ഇല്ല ഞങ്ങളുടെ ഒരു കുട്ടിക്ക് ഉള്ളവർക്ക് പത്ത് ശതമാനം ബേസിക്കിന്റെ അത് ഒന്നിലും കണക്കാക്കില്ല സെപ്പറേറ്റ് ഇതായിട്ട് വരും അവിടെ സാലറി സെൽഫില രണ്ട് കുട്ടിക്ക് ആണെങ്കിൽ എട്ട് ശതമാനം മൂന്ന് ആ മൂന്ന് കുട്ടിക്കില്ല അത് ലീവ് ട്രാ ലീവ് ട്രാ കൺസെഷനും അതെ പിന്നെ ഉള്ള ഇതൊക്കെ ഇല്ല അപ്പൊ ഗവൺമെന്റിന്റെ ചില റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ കാരണം ഞാൻ ശ്രദ്ധിക്കാറില്ല പിന്നെ loan facility small family small family പറഞ്ഞില്ലേ ഞാൻ ബോണസ് എന്താ bonus eight point three three overtime productivity linked bonus stock option Wipro T C S അതിന്റെ ഇതിലൊക്കെ ഷെയർ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ they are also becoming the owner of the company ഇനി വളരെ ശ്രദ്ധാപൂർവം നോക്കേണ്ടത് നമ്മുടെ ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കണേ ദയവായിട്ട് difference between personal management and H R M just ചതിക്കുക കേട്ടോ ജസ്റ്റ് പത്ത് പതിനഞ്ച് minute I was not keeping well that's why just when slow because there was a hectic you know travelling And when I came back, you know, I was having fever. So difference between uh, personal management and HR. Eh? Just listen. Personal management എന്ന് പറഞ്ഞാൽ careful delineation of return contract ആണ് personal department personal management return contract ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറഞ്ഞാൽ aim to go beyond contract beyond contract മറ്റേത് റിട്ടേൺ കോൺട്രാക്ട് ഇനി പേഴ്സണൽ മാനേജ്മെന്റ് പറഞ്ഞാൽ importance of devising clear rules very clear cut rules in personal management മറ്റോടത്ത് സാഹചര്യത്തിനനുസരിച്ച് റൂൾ ഉണ്ടാവും എച്ച് ആർ ഒന്ന് പരിസ്ഥിതികൾ മാറി വരും അടുത്ത പ്രൊസീജിയേഴ്സ് ഇട്ട് വരും പേഴ്സണൽ മാനേജ്മെന്റിലെ പ്രൊസീജിയർ മറ്റോടത്ത് ബിസിനസ് നീഡായിരിക്കും എച്ച് ആർ എമ്മില് അടുത്തത് norms customs and practices personal management വളരെ സ്ട്രിക്റ്റ് ആണ് മറ്റോടത്ത് വിഷൻ മിഷൻ ആണ് വരുന്നത് മോണിറ്ററിംഗ് പേഴ്സണൽ മാനേജ്മെന്റ് സ്ട്രിക്റ്റ് ആണ് മറ്റോടത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നർച്ചറിംഗ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ് ലേബർ മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ കസ്റ്റമർ അതാണ് പ്രധാനം പിന്നെ നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റിലെ സ്ലോ ആണ് മറ്റത് ഫാസ്റ്റ് ആണ് മറ്റേ transaction indirect direct separate margin ഇതൊക്കെയാണ് ഡിവിഷൻ ഓഫ് ലേബർ ആ പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ പേഴ്സണൽ മാനേജ്മെന്റിൽ ഡിവിഷൻ ഓഫ് ലേബർ ആണ് പക്ഷേ എച്ച് ആർ എമ്മിൽ ടീം വർക്കാണ് പിന്നെ മാറി ഓക്കെ അടുത്തത് controlled access to courses learning ഇങ്ങനെ അത്ര പ്രധാനപ്പെട്ടതല്ല personal procedures wide ranging cultural structure labour is treated as a tool which is expendable and replaceable people are treated as വ്യത്യാസം പേഴ്സണൽ മാനേജ്മെന്റിൽ labour is treated as a tool മറ്റോടത്ത് എച്ച് ആർ എമ്മില് people are treated as asset to be used for the benefit of an organisation personal മാനേജ്മെന്റിലെ interest of organisation is uppermost മറ്റോടത്ത് അതായത് എച്ച് ആർ എമ്മില് മ്യൂച്വൽ മ്യൂച്വാലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് പിന്നെ proceeds of H R M personal മാനേജ്മെന്റിൽ അടുത്ത് human resource latest in the evaluation of the subject ഇടയ്ക്കിടയ്ക്ക് മാറി മറിഞ്ഞുകൊണ്ട് ഇരിക്കും ഓക്കെ നോ എന്താണ് ബൈപ്പാർട്രൈറ്റ് അഗ്രിമെന്റ് ബൈപ്പാർട്രൈറ്റ് അഗ്രിമെന്റ് എന്ന് വെച്ചാൽ യൂണിയൻ കമ്പനി മാനേജ്മെന്റ് അതാണ് ബൈ പാർട്ടിറേറ്റ് അഗ്രിമെന്റ് യൂണിയന്റെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ യൂണിയനും മാനേജ്മെന്റും കൂടി ഡിസ്കസ് ചെയ്തിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കും അതാണ് ബൈ റേറ്റ് അവരുടെ എത്രയോ ഡിമാൻഡ് ഉണ്ടോ അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കില്ല ഇല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ട് തരാം യൂണിഫോം അലവൻസ് മൂന്ന് റുപ്യെന്ന് പത്ത് റുപ്യക്ക് വാഷിംഗ് അലവൻസ് അഞ്ച് റുപ്യെന്ന് പതിനഞ്ച് റുപ്യക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് റൈറ്റിംഗിൽ കൊടുക്കണം അതാണ് അത് യൂണിയന്റെ മെമ്പേഴ്സ് സൈൻ ചെയ്യും പുറത്ത് എച്ച് ആർ മാനേജറും ഒന്ന് രണ്ട് വിറ്റ്നസ് സൈൻ ചെയ്യും അതാണ് ബൈ ബൈപാർട്രേറ്റ് ട്രൈ പാർട്രേറ്റ് പറഞ്ഞാൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഒരാളും കൂടി ഇൻവോൾവ് ചെയ്യും ദാറ്റ് ഈസ് ലേബർ കമ്മീ ലേബർ കമ്മീഷണറോ ലേബർ ഇൻസ്പെക്ടറോ ആരെങ്കിലും അപ്പോ അത് ട്രൈ പാർട്രേറ്റ് ആണ് ലീഗലി ബൈൻഡിങ് നിങ്ങൾക്ക് അത് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളിത് ലേബർ ഇൻസ്പെക്ടറുടെ മുമ്പിലാണ് ഈ സത്യാവസ്ഥ കൊടുത്തുള്ളത് പിന്നെ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ ലേബർ കോട്ട് പോകും എംപ്ലോയി ലേബർ കോട്ട് പോവാം മനസ്സിലായോ എന്താ collective bargaining collective bargaining collective പറഞ്ഞ ഗീവ് ആൻഡ് ടേക്ക് പോളിസി നമ്മളെ മാനേജ്മെന്റും യൂണിയനുകളും തമ്മിൽ ബാർഗെയിൻ ചെയ്യുന്ന ഓരോരോ ഡിമാൻഡ് അവരുടെ സാറേ ഞങ്ങൾക്ക് ഇത് വേണം ഞങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ് അപ്പൊ അങ്ങനെ ഇത് അപ്പൊ അവർ ഇവർ പറയും ഇന്നത് കൊണ്ടാണ് അങ്ങനെ പിന്നെ ചിലവ് പറയും ഞങ്ങളുടെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലെക്സിബിൾ ഇത് ടൈം വേണം കാരണം കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കാം മൈക്രോസ്കോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഓരോരോ ഓരോരോ ഓരോരോ collective way solving the problem collective way അതാണ് അത് പിന്നെ ഈ കലക്റ്റീവ് അതേമാതിരി ഓരോരോ ബാർഗെയിനിങ് യൂണിയൻ മാനേജ്മെന്റ് യുനോ ഓരോരോ ഇത് ഡിസൈഡ് ചെയ്യുന്നത് ത്രൂ കലക്റ്റീവ് ബാർഗെയിനിങ് അവർ അഞ്ഞൂറ് രൂപ പറയും ഇവർ ഇരുന്നൂറ്റമ്പത് രൂപ കമ്പനി കൊടുക്കും അല്ല സാറേ അറുന്നൂറ് വേണം വേണം അപ്പൊ ഇവര് മുന്നൂറ് രൂപ കൊടുക്കും പിന്നെ അവസാനം അന്തിമ തീരുമാനം അങ്ങനെയൊക്കെ അതാണ് ഈ കലയ്ക്ക് പക്ഷെ ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും നമ്മൾ ഹ്യൂമനിറ്റേറിയൻ ഗ്രൗണ്ടിൽ നോക്കണം കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ അതിന്റെ സെൻസിറ്റിവിറ്റി നോക്കിയിട്ട് ചില സമയത്ത് ഉണ്ടല്ലോ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് അവര് അവരുടെ എംപ്ലോയീസ് മിനിമം വേജസ് ചോദിച്ചാൽ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക മിനിമം വേജസ് കൊടുക്കണം അത് നിയമമാണ് അത് ഓരോ സ്റ്റേറ്റിൽ പിന്നെ ഓരോ ഇതാണ് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മിനിമം വേജസ് ആയിട്ട് പക്ഷേ ഇവിടെ എണ്ണൂറ് രൂപ തൊള്ളായിരം ഉള്ളത് മറ്റുള്ളടത്ത് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെ കുറയും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയാണ് തമിഴ്നാട്ടിൽ പക്ഷേ പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതനുസരിച്ചുള്ള പേയ്മെന്റ് നമ്മൾ കൊടുക്കണം അത് എംപ്ലോയർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇൻഡസ്ട്രിയലേഷൻ ഓഫ് കലക്റ്റീവ് ബാർഗനിങ് പിന്നെ H R D human resource management ഈ ഇതൊരു പ്രൊഫഷനാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഓക്കെ അതായത് some people distinguish uh, between HRM, a major management duty, HRD, human resource development, a profession. However, it should not lead to any confusion. Distinction between HRD and other human resource practices is necessary to avoid undervaluing the concept of both theoretically and the workplace. HRD has come to uh, come to be used in many different texts, and it is important to clear the maze and highlight the unique contribution it makes to organisation H R D എന്ന് വെച്ചാൽ പ്രൊഫഷൻ ആണ് H R D human resource development specialised ആക്ടിവിറ്റിയാണ് H R D vendors are emphasise അങ്ങനെ അതിനെ പറ്റിയാണ് പ്ലാനിങ് ഡെവലപ്മെന്റ് ഇതൊക്കെ പിന്നെ മാനേജ്മെന്റ് പറഞ്ഞാൽ interview so many other things മറ്റേത് ഡെവലപ്മെന്റ് ആണ് കേട്ടോ പിന്നെ സ്പെഷ്യലൈസ് ഫീൽഡാണത് പിന്നെ ഇതായി with respect to personal administration idealistic characteristic ഇനി role of H R manager designation of H R manager fund differently H R function role of H R മാനേജറുടെയാണ് അതിലെന്താണ് വരുന്നത് വെച്ചാൽ ശ്രദ്ധിക്കുക ഒന്ന് role of H R manager HR manager has to be both a process and a policy specialist. The job descriptions and uh, specialization entails and demand both uh, policy advice and implementation specialty. Academically, the HR person needs to be proficient in related specialities or disciplines in, the, in that HR is a growing interdisciplinary academic field and a vocation with a cross current from management, science, humanities, and even physical sciences. HR manager, HR manager function as a consultant to all sections. Uh, see, they are helping other department also and is a prime mover or other policy uh, inputs and recommendation. HR officer can both generalist ആവാം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഒരു ഒരു കാര്യം ശ്രദ്ധിക്കണം മുഴുവൻ എച്ച് ആർ മാനേജറുടെ ഡ്യൂട്ടി മാത്രമല്ല മറ്റുള്ളവർ അയാളെ സഹായിക്കണം എന്ത് പ്രശ്നം വന്നാലും എച്ച് ആർ മാനേജറുടെ കീഴിൽ തലയിലിടരുത് കാരണം എച്ച് ആർ മാനേജർ പറയുന്നത് മറ്റുള്ളവർക്കും ബാധകമാണ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിനും ബാധകമാണ് ഡിസിപ്ലിൻ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും ചെയ്യണം അങ്ങനെ വിചാരിക്കാതെ ഡിസിപ്ലിനിൽ എച്ച് ആർ മാനേജറോട് പറയുക അതല്ല അപ്പൊ അവരെന്ത് ചെയ്യണം അവിടെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ എട്ടിനും ചുമതലയുണ്ട് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇതെല്ലാം H R G H R ചെയ്യും പറഞ്ഞിട്ട് ഇരിക്കരുത് അപ്പൊ അവരെന്തിന് എന്താണ് ചെയ്യുന്നത് പിന്നെ future challenger to H R M M would change the post modern globalised world globalized to be understood in the light of challenges to H R M emphasis, future challenges, emphasis on human resource management will be still greater in the coming years. വളരെ പ്രാധാന്യപ്പെട്ടതാണ് ഈ ഫ്യൂച്ചറിൽ ഈ കാണുന്നതല്ല നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് പണ്ടത്തെ ഹ്യൂമൻ റിസോഴ്സ് അല്ല ഇന്നത്തെ പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്തിരുന്നു ഇതേമാതിരി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു lot of changes are taking place അല്ലേ അതുകൊണ്ട് ഫ്യൂച്ചറിൽ വളരെയധികം സ്പെഷ്യലിസ്റ്റും വളരെ വളരെ ചേഞ്ചസും വന്നുകൊണ്ടേയിരിക്കുന്നു emergence of transnational transnational international multinational corporation അല്ലെ അനവധി കമ്പനികൾ വരുന്നുണ്ട് ഈ bringing close cultural workforce and the consequent need to manage diversity culture ethnic linguistic religious പല മതക്കാർ പല കൾച്ചർ ഭാഷ അല്ലെ അങ്ങനെയൊക്കെ പലരും പലരും പലരും പല രാജ്യക്കാർ അല്ലേ cost cost constraint and resultant emphasis on the necessity cost constraint അതായത് with minimum cost maximum output പിന്നെ പാർട്ടിസിപ്പേറ്റീവ് മെനു അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പാർട്ടിസിപ്പേറ്റീവ് മെനു എന്ന് പറഞ്ഞു നോളജ് വർക്കേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു active policy to retain good workers പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഫ്ലെക്സിബിൾ സ്ട്രക്ചറിങ് പറഞ്ഞു കഴിഞ്ഞു അതായത് സ്ട്രക്ചറ് ചില സമയത്ത് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റേണ്ടി വരും എന്താ കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് ചില ഡിപ്പാർട്ട്മെന്റ് അടയ്ക്കും മറ്റേ ഡിപ്പാർട്ട്മെന്റ് തുറക്കും ചിലത് വേണ്ടാത്ത എന്താ കാരണം അറിയാം ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ സി ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് അല്ല എച്ച് എം ടി ബാംഗ്ലൂർ എന്ത് എന്തായിരുന്നു എച്ച് എം ടി ബാംഗ്ലൂർ ഇവിടുത്തെ കളമശ്ശേരി അല്ല വാച്ചാണ് ഉണ്ടെങ്കിൽ രണ്ട് യൂണിറ്റ് ആയിരുന്നു ഒന്ന് മെഷീൻ ടൂൾസ് ഒന്ന് വാച്ച് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ടൈറ്റാൻ പിന്നീട് വന്നു അപ്പം ഇത് അടക്കേണ്ടി വന്നു ടൈറ്റാൻ്റെ പുതിയ പുതിയ ഇത് വന്നു അബ്ദുൽക്ക് സെയിലില്ലാണ്ട് ഇത് അടക്കേണ്ടി വന്നു അപ്പോൾ ഒരു യൂണിറ്റ് അടച്ചു ഒരു മറ്റുള്ള യൂണിറ്റ് മാത്രമേ ഉള്ളൂ കണ്ടോ വ്യത്യാസം കണ്ടോ അപ്പോൾ ചെറിയ സമയത്ത് നമ്മളെ ഒരു യൂണിറ്റ് അടയ്ക്കുമ്പോൾ നമ്മുടെ മാൻ പവർ ഇതൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അതേമാതിരി ഗുഡ് വർക്കേഴ്സിനെ അവരെയൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യണം പിന്നെ ഫ്ലെക്സിബിൾ സ്ട്രക്ചറിങ് വേണം ചില അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം മാറാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ പോയേ പറ്റൂ ഹലോ ജോലി വേണ്ടേ ഈ അവിടെ എനിക്കറിയാം അതെ അയ്യായിരം ബെഡറ്റുള്ള എത്ര ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അവിടെ കമ്പനി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിന്റെ ആവശ്യം എന്താ അപ്പൊ സപ്പോ നേഴ്സിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു വിചാരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വി ആർ എസ് ഞാൻ ഭൂല പറഞ്ഞാൽ എന്താ അവിടെ ആരെ ട്രീറ്റ് ചെയ്യാം നേഴ്സ് അങ്ങനെയൊക്കെ ഇല്ലേ അപ്പൊ നമ്മുടെ ചില സമയത്ത് ഫ്ലെക്സിബിൾ ചില സമയത്ത് സ്ട്രക്ചറിങ് ഒക്കെ വേണ്ടി വരും കമ്പനിയിൽ കേട്ടോ പിന്നെ ഓർഗനൈസേഷൻ പിന്നെ tackling demographic changes in the workforce will be a a more old young woman young, women, backward expected to go changes in H R policy ശ്രദ്ധിക്കുക ഡെമോഗ്രാഫിക് ചേഞ്ചസ് പ്രത്യേകിച്ച് state government central government employees പ്രൈവറ്റിലൊന്നുമില്ല പിന്നെ ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട് ഓൾഡ് ഉണ്ട് യങ് ഉണ്ട് പിന്നെ വുമൺ ഉണ്ട് ഇവരൊക്കെ ഡീൽ ചെയ്യുന്ന ഓരോ വിധത്തിൽ ഇവരുടെ റൂളൊക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ ഓൾഡ് ആളുകളെ ഡീൽ ചെയ്യുന്നത് ചേഞ്ചസ് യങ് ആയിട്ടുള്ള ആളുകളെ ഡീൽ ചെയ്യുന്നത് ബാക്ക്വേർഡ് ക്ലാസ്സിനെ ഡീൽ ചെയ്യുന്നത് ഒക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എച്ച് ആർ പോളിസീസാണ് ഓക്കെ പിന്നെ various interest articulation will be suggested for business at the policy stage to minimize incident and unsavory pressure from implementation. In, uh, uh, yes, in the face of increasing cost constraints, training is expected to get more targeted than generalized. Training ആർക്കാ ആവശ്യം എങ്കിൽ അവർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് ചില സമയത്ത് ചിലർക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല ചെറുതി ആൾറെഡി ട്രെയിൻഡ് ആയിരിക്കും ചിലപ്പോൾ അവർക്കുണ്ട് ആർക്കാണ് ടാർഗറ്റ് ഗ്രൂപ്പ് ടാർ എന്താ കാരണം അറിയാം ആരെ എന്തിനാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അവർക്കല്ലേ ട്രെയിനിങ് കൊടുക്കുന്നത് മനസ്സിലായോ അതായത് വന്നവർക്ക് മുഴുവൻ ട്രെയിനിങ് കൊടുക്കുന്നത് അത് ജനറൽ ടോപ്പിക് ഉണ്ട് അതിന് മാത്രമേ പറ്റൂ പിന്നെ യെ customer preference and okay training is only one of the options to learning and development training ഒരു ഓപ്ഷനാണ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് പിന്നെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കും അല്ലേ നിങ്ങൾ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കില്ലേ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക ഓൺലൈനിൽ എങ്ങനെയാണ് ഇപ്പോൾ ആഡ് ചെയ്യുക നിങ്ങൾ പഠിക്കില്ലേ അപ്പോൾ അതന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ നമ്മൾ നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലതും പഠിക്കാൻ പറ്റും അതാണ് വേറൊന്ന് അപ്പോ the focus in the H R M has been on H R M meaning nature scope version clarification regarding thematic differences and the similarity between HRM and personal management. The difference HRM is at the forefront of management function. Human resource management ഏറ്റവും മുമ്പിലാണ് അത് എന്താ മുമ്പിലെന്ന് വെച്ചാൽ അതില്ലാണ്ട് ഒരു കമ്പനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ആദ്യം മുതൽക്ക് തന്നെ ഞാൻ പറയട്ടെ ഒരു കുട്ടി ജനിച്ചാൽ മരണം ആരെങ്കിലും നടക്കുന്നത് അതും കൂടി എത്താറും ചെയ്യണം മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മളവിടെ ജോയിൻ ചെയ്ത് ആർക്കെങ്കിലും മക്കളുണ്ടായി ചോദിച്ചാൽ നമ്മളറിയും എച്ച് ആർ എമ്മിനെ കാരണം I'm blessed with baby girl എന്നൊക്കെ പറഞ്ഞിട്ടേ അറിയും കാരണം അത് നോമിനി ചെയ്യണം പിന്നെ പേരുടെ ഫയലിടണം കാരണം പിന്നീട് മെഡിക്കലൊക്കെ ക്ലെയിം ചെയ്യും ഇവര് എൽ ടി സി ക്ലെയിം ചെയ്യും അപ്പൊ ഇവരുടെ റെക്കോർഡ് വേണം അപ്പൊ എന്താ അതിന് ഡെത്ത് ഡെത്ത് അതും എച്ച് ആറിന്റെ തലയിലാണ് കാരണം എന്താ ആരും മരിച്ചു ചേരിക്കുക ആ ശവദാനം നഴിയുന്നവരെ എച്ച് ആർ മാനേജർ പോയിട്ട് അവിടെ ഇടണം ആംബുലൻസ് തയ്യാറാക്കണം പോസ്റ്റ്മോർട്ടം കഴിക്കണം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തിനും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മറ്റേ ഉണ്ടായിരുന്നു ഞാൻ അപ്പൊ ഇങ്ങനെയൊക്കെ പലതും നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എച്ച് ആർ മാനേജറുടെ ഡ്യൂട്ടിയാണ് അതൊക്കെ കാരണം ചിലവരെ ബേർഡ് ഇഞ്ചുറീസ് ചിലർ ആത്മഹത്യ ചിലവരുടെ റോഡ് ആക്സിഡന്റ് പക്ഷെ ആരെ എന്തായാലും എച്ച് ആർ മാനേജറോട് എത്തണം എന്താ കാരണം വെച്ചാൽ ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വേണ്ടി വരും മണി വേണ്ടി വരും മരിച്ചാളിയിൽ പൈസ ഉണ്ടാവില്ല അതിന്റെ എക്സ്പെൻഡിച്ചർ ചിലപ്പോൾ പൈസ കൊടുക്കുന്ന ട്രീറ്റ് ചെയ്യുക ട്രീറ്റ് ചെയ്തെങ്കിലും ചാവില്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അതിന് പൈസ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ എച്ച് ആർ എം അവസാന നിമിഷം വരെ അവരുടെ സെറ്റിൽമെന്റ് ഇതൊക്കെ എച്ച് ആർ എം ആണ് ചെയ്യുന്നത് വളരെ അതായത് ഒരു പ്രൊഫഷൻ ബട്ട് വി എൻജോയ് അല്ലോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഒരു ജോബും ഈസി അല്ല എല്ലാ ജോബും അതിൻ്റെ വിധത്തിലെടുത്താൽ എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റാവുന്നതാണ് അതൊക്കെ നമുക്ക് പല പലതും പഠിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ കഴിവ് അപ്പോ ഇതിലെന്താ പറയാന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം ഒരു മൂന്നാല് ദിവസം മുമ്പേ എൻ്റെ ഒരു ഫ്രണ്ട് ചണ്ഡീഗഡിൽ ടെലിഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ ഈ getting good pension I only appointed him okay so I only appointed him when he came for job അപ്പൊ പറഞ്ഞു എനിക്ക് ഇത്ര പെൻഷൻ കിട്ടുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഓരോ വർത്താനം പറഞ്ഞു ഓരോ വർത്താനം പറഞ്ഞപ്പോ പിന്നെ അവനോട് ഞാൻ ചോദിക്കേണ്ടായി സപ്പോസ് ഇതൊന്നും ഇല്ല വിചാരിക്കുക അന്ന് ഈ കമ്പനി ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെയല്ല ഞാൻ ചെന്ന സമയത്ത് ഈ കമ്പനിയുടെ പേര് പോലും ഉണ്ടായിരുന്നില്ല നമ്മളെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും ഞാൻ വിചാരിച്ച മതി പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഇവിടെ എന്താണ് വരുന്നത് എന്ന് വെച്ചാൽ ഈ എച്ച് ആർ മാനേജറുടെ ഞാൻ അയാളോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല എന്താണോട് നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ എന്താ പറഞ്ഞ please keep in mind that you are working for eight hours ഞാൻ അവരോട് പറഞ്ഞത് you were working for eight hours, you were getting salary, and you are spending comfortable life with your family. But unfortunately എൻ്റെ ജോബ് അതായിരുന്നില്ല എട്ട് മണിക്കൂറല്ല എച്ച് ആർ നെക്സ്റ്റ് ഡേ കോടതിയിൽ പോകണം കേസ് ഉണ്ടാവും യൂണിയന്റെ പ്രശ്നം ഉണ്ടായിരിക്കും മറ്റുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കും എപ്പോഴും തലപുണ്ണായിക്കൊണ്ടിരിക്കും എന്നും നമ്മുടെ എന്താ പറയണ്ട ഓരോരുത്തരായിട്ടുള്ള പല പല പല പല ഇഷ്യൂസ് ഉണ്ടായിരിക്കും യൂണിയനായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരിക്കും അങ്ങനെ പലതും അപ്പോ നിങ്ങൾ എന്ത് ചെയ്തോ സംഭാവന കമ്പനിക്ക് അതിന്റെ പത്തരട്ടിയാണ് നമുക്ക് ചെയ്യേണ്ടി വന്നത് കാരണം അത്രയധികം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അയാളോട് പറഞ്ഞൊരു വാക്കുണ്ട് എങ്കിൽ my enjoy because by way of doing this type of heavy task I learn a lot which helped me in my future professional career അത് തനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു അവനോട് കാരണം പോയി പഞ്ച് ചെയ്തു എട്ട് മണിക്കൂർ അങ്ങോട്ട് തെക്കും മടക്കം നടന്നു ശമ്പളം മേടിച്ചു ഇങ്ങോട്ട് പോകുന്നു ഒമ്പതാം തീയതി ശമ്പളം മേടിച്ചു ഓക്കെ അതല്ല നമ്മുടെ കാര്യം കാരണം നമുക്ക് സൺറൈസും സൺസെറ്റും കാണാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു അത്ര പക്ഷെ ഇതെന്നെല്ലാം കുറേ പഠിച്ചു കുറേ പഠിച്ചു കാരണം we were dealing with general public and you know social ആയിട്ടുള്ള മിങ്കിളിംഗ് എന്തൊക്കെ പലതും പലതും പഠിക്കാൻ പറ്റി അതൊന്നും അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ പത്ത് ജന്മം എടുത്താൽ പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ഞങ്ങൾ ഇതെന്നൊക്കെ കാരണം ഓഫ് കോഴ്സ് അവരൊക്കെ സാമ്പത്തികമായിട്ട് എത്ര മെച്ചപ്പെട്ടാലും പക്ഷെ ഇത് ഈ സമ്പത്ത് വളരെ വലിയ സമ്പത്താണ് ഇത് സാധാരണ ആളുകൾക്ക് കിട്ടില്ല അതായത് ഇതേമാതിരിയുള്ള യൂണിയന്റെ ഡീലിങ്ങും അതും സക്സസ്ഫുൾ ആയുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ഇതും പല കാര്യങ്ങൾ അപ്പൊ എന്താണ് പറഞ്ഞു വെച്ചാൽ more than money you know this type of professional life you know with high integrity and honesty if you do that job wherever you are that will give more satisfaction than your total income now and whatever you know uh, you know double story building or three story building where you are staying there അതെല്ലാം സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് നിങ്ങൾ എന്താണ് during your service period how you have worked what help you have rendered to the other people society and അത്തരത്തിലുള്ള നല്ല നല്ല ഇതാണ് നമുക്ക് ലൈഫിൽ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് പിന്നെ semantic difference no human resource development ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറഞ്ഞു human resource development department is a term employed for education and training activities undertaken at micro department Or an organization and the micro levels. Human resource management, already പറഞ്ഞു, human resource management differs from personal management in treating people as a resource whose uh, effective utilization leads to tangible value addition to organizational productivity. Distinguished from human resource management uh, development, human resource management is more an administrative activity, while the later involved more planning built integ integrally into nationwide socio-economic planning. Okay. അടുത്തത് just five minutes more organizational culture ഇവിടെ വളരെ ശ്രദ്ധിക്കണം കാരണം ഞാൻ മലയാളിയാണ് നിങ്ങൾ ഇന്ത്യയൊക്കെ ഇന്ത്യക്കാരാണ് അങ്ങനെ വിചാരിക്കരുത് എല്ലാവരും മനുഷ്യരാണെന്ന് മാത്രം ഓർക്കുക ഓക്കെ കാരണം എവിടെ പോയാലും ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് മലയാളി മാത്രമുള്ള കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഗൾഫിൽ പോയാലും ശരി എവിടെ പോയാലും ശരി അവിടുത്തെ ആളുകളോട് മിങ്കിൾ ചെയ്യണ്ടേ അവിടുത്തെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യണ്ടേ നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് കൾച്ചറൽ ഓർഗനൈസേഷൻ കൾച്ചർ ഓർഗനൈസേഷന്റെ കൾച്ചർ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ഓരോ ഓർഗനൈസേഷന്റെ കൾച്ചറിന്റെ ചതിക്കുക പിന്നെ feudal okay command leadership work orient legal rational authority traditional charismatic charismatic authority ചില കമ്പനികളിൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ലീഡേഴ്സ് ഉണ്ടായിരുന്നു ആ ലീഡേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് പലതും പഠിക്കാൻ പറ്റുക അത് മനസ്സിലായില്ലേ അത്തരത്തിലുള്ള സാഹചര്യത്തിന് വേണ്ടി നിങ്ങൾ ഇരിക്കും നല്ല ലീഡേഴ്സിന്റെ കയ്യിൽ നല്ല മാനേജറുടെ പ്രൊഫഷണൽസിന്റെ കയ്യിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ you can learn a lot and it will really you can gain a നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ വളരെ എക്സൽ ചെയ്യാൻ പറ്റും എനിക്കൊക്കെ ബാക്കി ഉണ്ടായിട്ടുള്ളതാണ് അഞ്ച് അഞ്ച് കമ്പനി സെക്രട്ടറി ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ലീഗൽ പരമായിട്ട് നമുക്ക് അനവധി പഠിക്കാൻ പറ്റി അതേമാതിരി note that secretarial language secretarial language എന്താണ് അതായത് ഇംഗ്ലീഷ് എല്ലാ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലേ സെക്രട്ടേറിയൽ ലാംഗ്വേജ് പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങളുടെ ഒരു പാരഗ്രാഫ് ഒരു പാരഗ്രാഫ് ഒന്നോ രണ്ടോ ലൈനിൽ അത് ചുരുക്കും അത് ആവും അതാണ് അതിൻ്റെ അത് അവരുടെ കഴിവ് അത് നിങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് വരുമ്പോഴേക്ക് ഒരു പാരഗ്രാഫ് ആവും രണ്ട് ലൈ രണ്ട് ലൈൻ അവർ പറഞ്ഞിട്ടുണ്ടാവുക അവരുടെ അവിടെ നിന്ന് തുടർന്നിട്ട് ഇങ്ങോട്ട് കൊടുന്ന് കൊടുന്ന് കൊടുന്ന് കൊടുന്ന് കൊടുന്ന് നൽകി കൊണ്ടുവരും അപ്പൊ അതാണ് നമ്മുടെ ഈ ഐ എസിന്റെ ഒക്കെ കാണുന്നില്ലേ അവരുടെ ഓരോരോ കാണുന്നില്ലേ വേറെ വിത്ത് യുനോ എന്നൊക്കെ പറയുന്ന തുടങ്ങിക്കല്ലേ അത് നമ്മുടെ ഒരു പാരഗ്രാഫിന് എത്രയോ മീനിങ് ഉണ്ടായിരിക്കും അതാണ് സെക്രട്ടേറിയറ്റ് ഇപ്പൊ ഉദാഹരണം ഞങ്ങൾ കമ്പനി സെക്രട്ടറി വർക്ക് ചെയ്യുമ്പോൾ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് അപ്പൊ എന്താണ് ഈ സെക്രട്ടറി ലാംഗ്വേജ് പറഞ്ഞാൽ ഒരിക്കലും ഈ നോർമൽ ഇംഗ്ലീഷുമാരി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തന്നെ പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഒരു ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നാൽ ഇപ്പോ കമ്പനി സെക്രട്ടറി അടുത്ത് പോയിട്ട് മിനിറ്റ്സ് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും ബോർഡ് മീറ്റിംഗിന്റെ നൂറ്റി മുപ്പത് പേജ് നൂറ്റി നാൽപ്പത് പേജൊക്കെ ഇരിക്കും പക്ഷെ അയാളെ അഞ്ച് മിനിറ്റ് കൊണ്ട് അതിന്റെ ഡിക്റ്റേഷൻ പറഞ്ഞു യു സി തിര നമ്പർ വൺ ദിസ് തിര number two this serial number five അല്ലെങ്കിൽ ഇത് ഇത് ഇല്ലേ അതിന്റെ അർത്ഥം എവിടെ മാറ്റണ്ടോ അത് മാത്രം പറയും ഇതിന്റെ ഇത് ആരാണ് മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്ത് ഇത് ഇയാൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും പക്ഷേ ഇത് ഉണ്ടാക്കി വരുമ്പോഴേക്ക് ഒരുപടി പേജസ് ആവും അതേമാതിരി ബ്യൂട്ടിഫുൾ അപ്പൊ അങ്ങനെ lot of information we got so wherever you are try to, you know, work under a thorough professional who can guide you, who can give uh, abundant knowledge, which will directly help you in your career building activities. Then, organization, social capital. The term social capital is an economic analogy to determine uh, economic analogy to determine the economic potential of social time, just as there are physical capital and human capital. There is social capital, which denotes the advantage or the utility derived out of filial and other human ties. Okay, it is social capital, that's all. And uh, meaningful people, participation in administration is an attempt at utilizing positive social capital inherent to communities for furtherance of developmental tasks by way of better policy formulation and cost-effective implementation process. ഇനി last organization culture organization culture ലാസ്റ്റില് it refers to the extent to which supportive environment prevails in an organization supportive environment prevails in an organization, okay, sound working of the informal organization, formal organization, informal organization ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നാളെ ചോദിച്ചോളൂ then informal organization and participatory culture are indicatory of indicators of healthy organizational climate എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് അവിടുത്തെ എൻവയോൺമെന്റ് വളരെ നല്ലതായി സുന്ദരമായി നോക്കുക വേണം അതാണ് പാർട്ടിസിപ്പേറ്ററി കൾച്ചർ എല്ലാവരും കൂടി വളരെ നല്ല വിധത്തിൽ പെരുമാറി അവിടുത്തെ എൻവയോൺമെന്റ് പ്രോപ്പർ ആക്കുന്നത് അതാണ് പാർട്ടിസിപ്പേറ്റീവ് കൾച്ചർ ഓക്കെ അപ്പോ ഇന്നത്തെ ഇത് അവസാനിച്ചു okay this unit is over okay thank you very much for your kind participation okay bye okay thank you sir okay bye